Good afternoon. Good afternoon, sister. Okay very good afternoon നമ്മൾ ഒരു ലാസ്റ്റ് തിയറട്ടിക്കൽ പാർട്ടിന്റെ ലാസ്റ്റ് ബ്ലോക്ക് ആണ് സീറോ സീറോ സെവൻ ഇതിന്റെ ലാസ്റ്റ് ബ്ലോക്കായ ക്രൈസിസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ crisis and trauma counselling relating to family therapy ഈ ഒരു നാല് ബ്ലോക്കിലും അപ്ലിക്കേഷൻസ് ആൻഡ് ഇന്റർവെൻഷൻസിനായിരുന്നു ഫാമിലി തെറപ്പിയിൽ ഇമ്പോർട്ടൻ്റ് പല ഗ്രൂപ്പായിരുന്നു എന്ന് മാത്രമാണ് കഴിഞ്ഞൊരു സ്പെഷ്യൽ ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ എച്ച് ഐ വി അതല്ലെങ്കിൽ സെൽഫ് ഹാം അങ്ങനെയുള്ളതാണെങ്കിൽ ഇത് കുറച്ചും കൂടിയും ട്രൊമാറ്റിക് ഇവൻസിനോട് റിലേറ്റ് ചെയ്യുന്ന വ്യക്തികളും അവരുടെ ഫാമിലീസും അവരെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ബ്ലോക്കിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് unit fifteen psycho social support in disaster to children and adolescents so first they are introducing the meaning of disaster Uh, it's well uh, famous word nowadays. Uh, global disaster, uh, crisis management. These terms are nowadays we are most prominent because when the flood came, we all well known the term crisis management, disaster management like that. So what is the meaning of disaster or what is the definition of crisis? A crisis is an event or a series of events that is unforeseen, unpredictable, seemingly unmanageable and potentially dangerous. നമുക്ക് പെട്ടെന്ന് പ്രൊഡിക്റ്റ് ചെയ്തതോ പെട്ടെന്ന് വരും എന്ന് എസ്യൂം ചെയ്യാൻ പറ്റുന്നതോ അല്ല ഇറ്റ്സ് എ സഡൻ മാനേജ് ചെയ്യാൻ പറ്റാത്ത പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാണാൻ സാധിക്കാത്ത പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇവന്റോ അല്ലെങ്കിൽ ഇവന്റുകളോ ആണ് നമ്മൾ ക്രൈസിസ് എന്ന് പറയുക defined by the person who is experiencing the event ക്രൈസിസിനെ ഒരാൾ എങ്ങനെയാണോ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഓരോരുത്തരെയും ബാധിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്രൈസിസ് എന്ന് പറയണമെങ്കിൽ okay kindly mute the mic otherwise the sounds are coming up so crisis എന്ന ടേം ക്രൈസിസ് ഇത് ഇതെനിക്കൊരു ക്രൈസിസ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണലി അല്ലെങ്കിൽ സബ്ജക്റ്റീവ് മാനിഫെസ്റ്റേഷൻ ആണ് അതല്ലെങ്കിൽ സബ്ജക്റ്റീവ് ഇവാലുവേഷൻ ആണ് അപ്പൊ ഒരു പേഴ്സൺ ആണ് ഒരു വ്യക്തിയാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് ക്രൈസിസ് ആണോ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ക്രൈസിസ് എക്സ്പീരിയൻസ് ആണോ എന്ന് ഇവന്റിനെ ബേസ് ചെയ്ത് ഒരു ഓരോ വ്യക്തികളും അത് ആണ് അത് അനലൈസ് ചെയ്യുന്ന വ്യക്തികൾക്കനുസരിച്ച് അവരുടെ മെന്റൽ ഹെൽത്ത് കോപ്പ് ചെയ്യുന്ന രീതി അതിനനുസരിച്ച് അതിന് വാരിയേഷൻസ് ഉണ്ട് a crisis can include an element of threat that cause a person to fear for their safety or the safety of others ഒന്നെങ്കിൽ വ്യക്തിയുടെ സേഫ്റ്റിയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ സേഫ്റ്റിയെ ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു ത്രെട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന സംഗതി എന്ന് പറയുന്നത് ഇനി ട്രോമ എന്നാല് ക്രൈസിസിനെ കുറിച്ചാണ് ഇത്ര നേരം നമ്മൾ കേട്ടിരുന്നത് ഇനി definition of trauma trauma is a reaction to or the result of being involve in some sort of crisis ക്രൈസിസിനോടുള്ള ഒരു വ്യക്തിയുടെ റിയാക്ഷൻസിനെയാണ് ട്രോമ അതിന്റെ റിസൾട്ടിനെയാണ് എങ്ങനെയാണോ ഒരു വ്യക്തി ഒരു ക്രൈസിസിനെ ഫേസ് ചെയ്യുന്നത് അതിനെയാണ് അല്ലെങ്കിൽ അതിനോടുള്ള മനോ റിയാക്ഷൻസ് അതിനോടുള്ള നമ്മുടെ ഒരു പ്രതികരണ രീതിയെയാണ് ട്രോമ എന്ന് പറയുന്നത് അത് ഫിസിക്കൽ ട്രോമ ഉണ്ട് ശാരീരികമായത് when a person or people have physical injuries as the result of being involve in a critical incident such as accident fights abuse incidents etcetera ഇപ്പോൾ നമുക്ക് ഫിസിക്കൽ ട്രോമയുണ്ട് ഫിസിക്കൽ ട്രോമ എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് ഒന്നുകിൽ ആക്സിഡന്റിലൂടെയോ അതല്ലെങ്കിൽ നമ്മൾ തല്ല് പിടിച്ചിട്ടോ വയലന്റ് ആക്ഷൻസ് ഫലമായിട്ടോ അല്ലെങ്കിൽ എബ്യൂസീവ് നമ്മുടെ ശരീരത്തോട് മറ്റുള്ളവരെ എന്തെങ്കിലും ഇപ്പൊ സാഡിസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ കൂടെ ജീവിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ശാരീരികമായ പീഡനങ്ങൾ ഒത്തിരി വന്നാൽ അതിനോട് വരുന്ന അതിലൂടെ സംഭവിക്കുന്ന ട്രോമ കേസസ് ഉണ്ട് children or adolescents may be suffering from psychological trauma which is the result of experiencing extreme stress that overwhelms their ability to cope with the event നമുക്ക് ആ ഒരു ഇവന്റിനോട് കോപ്പ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ താതാത്മ്യപ്പെട്ട് പോകാൻ പറ്റാതെ വരുന്ന എക്സ്ട്രീം സ്ട്രെസ് സിറ്റുവേഷനിൽ കുട്ടികളിലോ എഡോളസൻസിലോ കാണപ്പെടുന്ന ഒരു സൈക്കോളജിക്കൽ ട്രോമയും ഉണ്ട് Uh, categories of traumatic experiences or disaster. Community and school violence, complex trauma, domestic violence, early childhood trauma, medical trauma, natural disaster, neglect, uh, physical abuse, refugee and war zone trauma, sexual abuse and traumatic grief. ഇതിലേതെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇത് പലതരം ട്രോമ എക്സ്പീരിയൻസുകളാണ് ഇതിലേതെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അത് ആ completely negligence from the part of the parents അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നു അല്ലെങ്കിൽ അതായത് ഇത് നെഗ്ലക്ട് എന്ന് പറഞ്ഞാല് ചിലപ്പോൾ സ്പൗസ് ആയിരിക്കാം പാർട്ട്ണർ ആയിരിക്കാം ഈ ട്രോമ എന്ന് പറയുന്നത് പല കാറ്റഗറിയിൽ പെടുന്നതാണ് ഇതിലെ നെഗ്ലിജൻസ് ഒരു പരിധി വരെ നമ്മൾ കംപ്ലീറ്റ്ലി ആരും നമ്മളെ മൈൻഡ് ചെയ്യാനില്ല ടേക്ക് കെയർ ചെയ്യാനില്ല അത് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ വരുന്ന ഇതിൽ വരുന്ന പെട്ടെന്ന് അടിക്കുന്ന ഒന്നാണ് നെഗ്ലിജന്റ് ട്രോമ കുട്ടികൾക്ക് വരാം പാർട്ട്നേഴ്സിന് വരാം അല്ലെങ്കിൽ ഫാമിലിയിൽ വരാം ഓൾഡർ പീപ്പിളിന് വരാം ബാക്കിയുള്ള എല്ലാ എലമെന്റും ക്ലിയർ ആണ് ട്രോമാറ്റിക് ഗ്രീഫ് ട്രോമാറ്റിക് ഗ്രീഫ് കൂടുതൽ ഡെത്ത് ആണല്ലോ ഉദ്ദേശിക്കുക ഡെത്ത് റിലേറ്റഡ് ഡെത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ എക്സ്ട്രീം ലോസ് വരുമ്പോ വരുന്നത് കോംപ്ലക്സ് ട്രോമ എല്ലാം മിക്സ് ആയിട്ട് മിക്സ് അപ്പ് പല ട്രോമ പല ഇവന്റ്സുകള് ചിലപ്പോ ഒരു മരണം വന്നു ജോലി പോയി വീട് ജപ്തി വന്നു ഇങ്ങനെ എല്ലാം കൂടി ചിലപ്പോ അപ്പൊ ഇന്നതാണ് പെർട്ടിക്കുലർ റീസൺ എന്ന് ഇപ്പൊ ഒരു ഡൊമസ്റ്റിക് വയലൻസ് അല്ല നാച്ചുറൽ അല്ല ആക്സിഡന്റ് അല്ല ഇതെല്ലാം കൂടി വരുമ്പോ ഒരു വ്യക്തി ചിലപ്പോൾ ട്രൊമാറ്റൈസ്ഡ് ആയി പോകാം അതാണ് കോംപ്ലക്സ് പലത് children and adolescents and their response to disaster Children, young children depend on the protection provided by adults and older siblings to judge the seriousness of danger and to ensure their safety and well-being ഒരു കുട്ടികളായാലും അഡോളസൻസ് ആയാലും ഡിസാസ്റ്റർ സ്ട്രെസ്സിനോടുള്ള അവരുടെ റെസ്പോൺസ് എങ്ങനെയിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ യങ് കുട്ടികളാണെങ്കിൽ അവർക്ക് കിട്ടുന്ന protection provided by the adult അതിനനുസരിച്ചിട്ടാണ് ട്രൊമാറ്റിക് ഇവന്റിനോടുള്ള റെസ്പോൺസ് വരിക അവർക്ക് ഒരു സെക്യൂരിറ്റി കിട്ടുമെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ ട്രൊമാറ്റിക് എക്സ്പീരിയൻസിൽ ചില വാരിയേഷൻസ് വരും ഇനി ഓൾഡർ സിബ്ലിങ്സ് ആണ് എങ്കിൽ ജഡ്ജ് സീരിയസ്നെസ് ഓഫ് ഡേഞ്ചർ അവര് കുറച്ചും കൂടി ഇവാലുവേഷൻ ആണ് എന്നിട്ട് നമ്മൾക്ക് സേഫ്റ്റി ഉറപ്പ് തരുമോ ഇല്ലയോ എന്നുള്ള കുറെ ഇവാലുവേഷൻ ബേസിലാണ് അവര് കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യുക എന്നാൽ school age children start to face additional dangers with more ability to judge the serious of a threat and to think about protective actions school കുട്ടികൾ പൊതുവെ ഒരു അഡീഷണൽ ഡേഞ്ചറിനെ ഫേസ് ചെയ്യുമ്പോൾ അതിന്റെ സീരിയസ്നെസ് എന്താണ് എന്ന് ജഡ്ജ് ചെയ്യുകയും ഒപ്പം തന്നെ പ്രൊട്ടക്റ്റീവ് ആക്ഷൻസിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു എന്നാൽ ഡോളസൻസിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് with the help of their friends adolescents begin to shift towards more actively judging and addressing dangers to their own അവരെ കുറച്ച് അവർ കുറച്ചും കൂടിയും സഹായം എടുക്കുന്നത് അവരുടെ കോ പിയേഴ്സിൽ നിന്നാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നാണ് അഡോളസൻസ് കുറച്ചും കൂടി ധൈര്യം സംഭരിക്കുന്നതും അതിനെ ഫേസ് ചെയ്യാനൊക്കെ നോക്കുന്നത് recovering from disaster factors in recovering from trauma Uh, dealing with the, both post-traumatic and grief reactions can make recovery much more difficult. Trauma post traumatic അല്ലെങ്കിൽ പി ടി എസ് ഡി ആണെങ്കിലും ഗ്രീഫ് ആണെങ്കിലും റിക്കവറി അത്ര എളുപ്പമല്ല ഇത് രണ്ടും ഡിസോർഡർ ഫോമാണ് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഒരാൾ അതിൽ നിന്ന് കയറി പോരും പോരുക എന്ന് ചിന്തിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനൊരു സ്ലോ പ്രോസസ്സാണ് അത്ര എളുപ്പത്തിൽ അത് കയറി പോരാൻ പറ്റില്ല a flow of additional stresses ഇനി ഇതിന്റെ കൂട്ടത്തിൽ വേറെ കുറച്ചും കൂടി സ്ട്രെസ്സും കൂടി ഉണ്ടെങ്കിൽ അതിന്റെ വ്യത്യാസ വ്യത്യസ്തതകളും ഉണ്ടെങ്കിൽ follow trauma and loss of experience അപ്പൊ കുറച്ചും കൂടി റിക്കവറി പ്രോസസ്സ് ബുദ്ധിമുട്ടാണ് these can seriously reduce the emotional comfort and practical help the children and adolescents can get from their family friends schools or community ഇനി അവർക്ക് ഈ ഒരു ഇമോഷണൽ കംഫർട്ടും പ്രാക്ടിക്കൽ ഹെൽപ്പൊന്നും കിട്ടിയിട്ടില്ല കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് റിക്കവറി പ്രോസസ്സ് ഡിലേ ചെയ്യും അത് കിട്ടുന്നുണ്ടെങ്കിൽ റിക്കവറി പ്രോസസ്സ് കുറച്ചും കൂടി ഫാസ്റ്റ് ആണ് ക്രൈസിസ് കൗൺസിലിംഗിൽ ശ്രദ്ധിക്കേണ്ട എലമെന്റ്സ് അല്ലെങ്കിൽ ക്രൈസിസ് ഇന്റർവെൻഷൻ പ്രോഗ്രാമിൽ ശ്രദ്ധിക്കേണ്ട എലമെന്റ്സ് ക്രൈസിസ് കൗൺസിലിംഗ് സാധാരണ കൗൺസിലിംഗ് പോലെയല്ല നിങ്ങൾ നെറ്റിൽ നിങ്ങളുടെ പുസ്തകത്തിൽ ഇല്ല തോന്നുന്നു ഒരു ട്രൊമാറ്റിക് അല്ലെങ്കിൽ ക്രൈസിസ് കൗൺസിലിംഗിൽ പെടുന്നതാണ് പി ടി നമ്മുടെ സി ഐ എസ് ടി അപ്പൊ ആ സി ഐ എസ് ടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഗ്രൂപ്പ് കൗൺസിലിംഗ് സെഷനാണ് വളരെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അത് സ്റ്റെപ്പ് വൈസ് ആണ് അപ്പൊ നിങ്ങൾക്ക് അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അതൊരു മെത്തേഡാണ് ക്രൈസിസ് ഇന്റർവെൻഷന്റെ ഒരു മെത്തേഡാണ് അതല്ലെങ്കിൽ ട്രോമ കൗൺസിലിംഗിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കൗൺസിലിംഗ് മെത്തേഡാണ് സി ഐ എസ് ടി അപ്പോൾ ഒരു ഡീബ്രീഫിംഗ് ഒക്കെ കൊടുത്ത് ഒരു ഗ്രൂപ്പായിട്ടാണ് ഇൻഡിവിജ്വൽ ആയിട്ടല്ല അപ്പോൾ ഒരു ഒരു ഫ്ലഡിൽ പെട്ട ആളുകളെ ഒരു പത്ത് പേരെ ഒരുമിച്ച് കൂട്ടുന്നു അപ്പൊ അവർക്ക് സ്റ്റെപ്പ് ഉണ്ട് ഓരോ സ്റ്റെപ്പിൽ സി ഐ എസ് ഡി എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പിൽ കൂടെ അവരെ കടത്തി വിടുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും ഒരു ഒരു കൗൺസിലിംഗ് ഇന്റർവെൻഷൻ ആണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ ഒരു ക്രൈസിസ് ഇന്റർവെൻഷൻ ആണ് അപ്പൊ ഇതിലെ ഏത് തരം ട്രോമ കൗൺസിലിംഗ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രധാന എലമെന്റ്സുകൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ ഒന്ന് ഒന്ന് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഇത് എന്തുകൊണ്ടുണ്ടായി എങ്ങനെ പ്രിവെൻറ്റീവ് ആവണം എന്നുള്ളത് ഒബ്സർവേഷൻ ആൻഡ് അവയർനെസ് ഇതിനെ കുറിച്ചിട്ടുള്ള അവരുടെ ഏത് അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി ആയിരിക്കുന്നേ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഒബ്സർവേഷൻ അവയർനെസ് ഒക്കെ വേണം discovering and using our potential നമ്മുടെ പോസിറ്റിവിറ്റി ഉപയോഗിക്കാനും കണ്ടെത്താനും ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യണം കാരണം അവർ ഓൾറെഡി വലിയ ഡൗണിലാണ് ഇരിക്കുന്നത് understanding the real problem creating necessary structure നമ്മൾ പറയണത് ഒരു അവരവരാൽ തന്നെ ബലമില്ലാത്ത അവസ്ഥയിലായതുകൊണ്ട് തന്നെ വളരെ ഒരു ഫോഴ്സ്ഫുൾ സ്ട്രക്ചർ നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം challenging irrational beliefs and unrealistic expectations അതിനെ വളരെയധികം നമ്മൾ എന്താ പറയുന്നത് ഡിസ്പ്യൂട്ട് ചെയ്യണം ഇറാഷണൽ ബിലീഫ്സിനെയും നടക്കില്ല സംഭവിക്കില്ല എന്നൊക്കെ ഒരു ഭയമായിരിക്കും ഇത് എനിക്ക് പേടിയാണ് എന്നൊക്കെ പറയുന്നത് തന്നെ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കൗൺസിലിംഗ് സെഷൻ ആയിരിക്കണം ബ്രേക്കിംഗ് വിഷ്യസ് സൈക്കിൾസ് ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് ഇനിയും വരുമോ എന്നുള്ള ആ സംഗതിയെ അവരുടെ മനസ്സിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അപ്രോച്ച് ഉണ്ടായിരിക്കണം സെഷനിൽ അത് അതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ക്രിയേറ്റ് ടെമ്പററി ഡിപ്പെൻഡൻസീസ് നമ്മൾ ഒരു പരിധി വരെ അവർക്ക് സപ്പോർട്ടായിട്ട് ടെമ്പററി ആണ് ഒരു പരിധിവരെ അവരോട് സപ്പോർട്ടീവ് ആയിരിക്കണം ഒരു ഫലം ലഭിക്കുന്നത് വരെ advice for parents and caregivers ഇത് കുട്ടികളെയാണ് മേജർ ഫോക്കസ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പാരൻസ് ആൻഡ് കെയർ ഗീവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് role of adults is extremely important in psycho psychosocial support for children and adolescents survivors of a disaster ഒരു ഡിസാസ്റ്ററിൽ നിന്ന് പുറത്തു വന്നവരുടെ പാരൻസിനെയും അല്ലെങ്കിൽ കെയർ ഗീവേഴ്സിനും ഒരു സൈക്കോ സോഷ്യൽ കൊടുക്കാൻ പാകത്തില് അവരെ ഒരുക്കുക അവരുടെ റോളിന് ഒരുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് the purpose of crisis counselling is to help the child or adolescent deal with a crisis ഒരു എഡോളസെന്റിനോ ഒരു കൊച്ചിനെയോ ഈ ഒരു ക്രൈസിസ് കൗൺസിലിങ്ങിലൂടെ ചെയ്യുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ പഠിപ്പിക്കലാണ് ഇപ്പൊ എന്തായാലും അവരൊരു ക്രൈസിസിലാണ് ആ ക്രൈസിസിനെ ഫേസ് ചെയ്യാനോ ഡീൽ ചെയ്യാനോ പഠിപ്പിക്കലാണ് ക്രൈസിസ് കൗൺസിലിംഗിലൂടെ ചെയ്യുന്നത് chronic exposure to stress or trauma can lead to mental illness നമുക്ക് ഒരു റിപ്പീറ്റ് ചെയ്ത് സ്ട്രെസ്സും ട്രോമയും വന്നു കഴിഞ്ഞാൽ അത് മെന്റൽ ഹെൽത്തിനെ മെന്റൽ ഇൽ ആക്കും എന്നുള്ളത് അത് ഹെൽത്തി അൺഹെൽത്തി ആക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് so it's important that crisis counsellors have the skill and knowledge to help clients to cope with the current stresses and trauma അതുകൊണ്ട് അവർ മേജറായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് അടിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രെസ്സിനെയും ട്രോമയും ഹാൻഡിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക എന്നുള്ളതാണ് ക്രൈസിസ് കൗൺസിലേഴ്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് psychosocial support in disasters to adults and ഫീമെ families psychosocial support in disasters to adults and families ഇത്ര നേരം നമ്മൾ ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് ആണെങ്കിൽ ഇത് കുറച്ചും കൂടി അഡൾട്ട് ആൻഡ് ഫാമിലീസിനുള്ള സൈക്കോ സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം ആണ് നമ്മളിവിടെ പറയുക concepts and meaning people naturally develop coping mechanisms when they have been traumatised ഒരു ആള് പെട്ടെന്ന് ഇപ്പൊ നമ്മളൊരു ഫ്ലഡ് വന്നു ട്രോമ നമുക്ക് ഒരു ഭയം കയറി തുടക്കത്തിലൊന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ വെള്ളം പെട്ടെന്ന് കയറി വീടിൻ്റെ ഉള്ളിലായി രക്ഷപ്പെടില്ല എന്ന് തോന്നി അങ്ങനെ തോന്നിക്കഴിഞ്ഞ് നമ്മൾ അതിൻ്റെതായ കോപ്പിംഗ് മെക്കാനിസംസ് പലതും ആ സമയത്ത് നമ്മൾ നോക്കും ആ ട്രോമയിൽ നിന്ന് നാച്ചുറലി കയറി പോരാനുള്ള എല്ലാ എലമെന്റ്സും നമ്മൾ ഒരു അഡൾട്ട് എന്ന നിലയിൽ നമ്മൾ നോക്കും these are learned survival skills ഇതിനെയാണ് നമ്മൾ ലേൺ നമ്മൾ പഠിച്ചെടുക്കുന്നു ആ സമയത്ത് നമ്മളൊരു നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളൊന്നുമല്ല ഇങ്ങനെ ഒരു സംഭവം വന്നതിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നു ഇന്ന് നിങ്ങൾ മിക്ക വീടുകളിൽ നോക്കിയാൽ അറിയാം പണിയുന്ന വീടുകളൊക്കെ കുറച്ചും കൂടി സ്റ്റെപ്പ് ഇട്ട് പണിയുന്നു പൊക്കി പണിയുന്നു കാരണം അത് നമ്മൾ ഒരു അനുഭവം വന്നതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാണ് ഈവൻ ടെറസിലായാലും ഒരു ഭാഗം ട്രസ് വർക്ക് ഇല്ലാതെ നമ്മൾ നോക്കുന്നു കാരണം എങ്ങാനും കാരണത്താൽ നമുക്ക് മുകളിലേക്ക് പോകേണ്ടി വന്നാൽ അതിനുള്ള മാനദണ്ഡങ്ങൾ നോക്കുന്നു എക്സിറ്റുകൾ ഇടുന്നു ഇതെല്ലാം നമ്മൾ ഒരു ഒരു അനുഭവം വന്നതിന്റെ വെളിച്ചത്തിൽ പിന്നീട് വരുന്ന നമ്മുടെ ഒരു ലേൺഡ് രീതികളാണ് ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഒരു വെള്ളം വരുമ്പോ ഇവിടെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല അപ്പൊ അതിൻ്റെതായ രീതികൾ വെക്കുന്നു നമ്മൾ ഒട്ടും നമ്മൾ പറയേണ്ടത് മുകളിലേക്ക് ഇത്രയും വരെ വെള്ളം എത്തും അല്ലെങ്കിൽ ഇങ്ങനെ വരും ഭക്ഷണം ഇങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നൊന്നും ചിന്തിക്കാത്ത നമ്മൾ ഇതൊക്കെ വെക്കുമ്പോൾ പിന്നീടുള്ള നമ്മുടെ ലേണിങ്സിൽ അതിൻ്റെയൊക്കെ ആഡിങ്സ് നമ്മൾ ആ ഒരു അനുഭവം വന്നതിൻ്റെ വെളിച്ചത്തിലുള്ള ആഡിങ്സ് ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ഡിസാസ്റ്റർ കിറ്റ് നമ്മുടെ വീട്ടില് ഒരു പെട്ടെന്ന് ഒരു വെള്ളപ്പൊക്കം വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭരിക്കണം എന്ന് പറയുന്ന ഒരു കിറ്റ് എപ്പോഴും കീപ്പ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് അന്നൊരു അവയർനെസ് കൊടുത്തായിരുന്നു ഇന്ന് ഒരുവിധം ചില വീടുകളിലെല്ലാം അത് വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഇനി സാധാരണ കുട്ടം ആ കായംകുളം ആ ഭാഗങ്ങളിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഫ്ലഡ് വന്നപ്പോൾ അവർ വളരെ കംഫർട്ടബിൾ ആയിട്ട് പിന്നീട് മുന്നോട്ട് പോകാൻ അവർ ഉപയോഗിച്ചിരുന്ന ഒരു മാനദണ്ഡം ഇതായിരുന്നു അതുകൊണ്ട് ചില ട്രോമറ്റൈസ്ഡ് എക്സ്പീരിയൻസ് ചിലത് നമ്മെ ഓട്ടോമാറ്റിക്കലി പഠിപ്പിക്കും ചിലത് അതാണ് അഡൾട്ടിന്റെ ലൈഫിൽ നമ്മൾ കാണുക which work to protect the psyche during the immediately following the trauma ഇനി some of the symptoms of trauma ഇത് നമ്മൾ കുറച്ചും കൂടി അബ്നോമ സൈക്കോളജിയിലെ നമ്മൾ നോക്കുന്ന ചിലതാണ് പി ടി എസ് ടിയുടെ സിംറ്റംസ് അതാണ് മെയിനായിട്ട് ട്രോമയിൽ വരുന്നത് P T S T post traumatic stress ഡിസോർഡറിന്റെ ഭാഗമായിട്ട് വരുന്ന symptoms the symptoms profile of adult who are abused as uh, abused as a children include post-traumatic. ഇതിലെ ഡിസാസ്റ്റർ മാത്രമല്ല ചിലപ്പോൾ എക്സ്ട്രീം അബ്യൂസ് കേസുകൾ ചിലർ ട്രോമറ്റൈസ്ഡ് ആകുന്നു uh, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് P T S T post traumatic stress disorder അല്ലെങ്കിൽ post traumatic and dissociative disorders combined with depression anxiety syndromes and addictions. These symptoms may include recurrent depression, anxiety, panic, phobias. Uh, ഇതിൽ ഏത് വേണമെങ്കിലും വരാവേ അതുകൊണ്ടാണ് ഇത്ര അധികം അവർ സിംറ്റംസ് എഴുതിയിരിക്കുന്നത് anger rage low self esteem feeling damage and worthless shame somatic pain syndromes self destructive thoughts behaviour substance abuse eating disorder bulimia anorexia compulsive over eating relationship, intimacy difficulties, sexual dysfunction, including addictions and avoidance, time loss, memory gaps, and a sense of unreality, flashbacks, uh, intrusive thoughts and images of trauma, hypervigilance, sleep disturbance, nightmares, insomnia, sleepwalking, alternative states of consciousness or personalities. Um, ഇതിലെ trauma ആകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാകാം ഒരു വ്യക്തിയുടെ എന്തൊക്കെയാകാം ഒരു വ്യക്തിയെ ട്രോമറ്റൈസ്ഡ് എക്സ്പീരിയൻസിലേക്ക് തള്ളിയിടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാകാം എന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്യാവൂ ആരെങ്കിലും ആർക്കെങ്കിലും ഒന്ന് പറയാം എന്താകാം നമ്മൾ സാധാരണ ചില ഇവന്റുകളൊന്നും ഒരാൾ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ എന്നോട് മിണ്ടിയില്ല അതൊക്കെ സാധാരണ ഇവന്റുകളാണ് പക്ഷെ ചില ഇവന്റുകൾ നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് അടിപ്പിക്കുന്നു അതല്ലെങ്കിൽ മെമ്മറി ലോസ് ആക്കുന്നു കംപ്ലീറ്റ്ലി നമ്മുടെ ഉറക്കം കളയുന്നു ഭക്ഷണത്തിന്റെ ക്രമം മാറ്റുന്നു മിണ്ടാൻ തോന്നുന്നില്ല ഡിപ്രഷൻ പെട്ടെന്ന് നമ്മളിലേക്ക് വരുന്നു ഇങ്ങനെ തോന്നാൻ സാധ്യതയുള്ള പി ടി എസ് ഡി അല്ലെങ്കിൽ ട്രോമറ്റൈസ്ഡ് ഇവന്റിലെ ട്രോമറ്റൈസ്ഡ് എക്സ്പീരിയൻസിലേക്ക് വ്യക്തിയെ തള്ളിയിടാൻ സാധിക്കുന്ന സാധ്യതയുള്ള ഇവന്റുകൾ ഏതാണ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാവുന്ന ഉദാഹരണങ്ങൾ എന്താണ് ലവ് ഓഫ് എന്റെ അടുത്ത് വന്നൊരു കേസ് പറയാൻ സിസ്റ്ററെ അതൊരു പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ ആയിരുന്നു സ്ട്രെസ് ഡിസോർഡർ ആയിരുന്നു അതെന്ന് പറയുന്നത് ഒരു കുട്ടി എന്റെ അടുത്ത് ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നേ അപ്പൊ ആ കുട്ടിക്ക് ഒരു ബിഹേവിയർ പ്രോബ്ലം ആയിട്ടാണ് അതായത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഒരു സിംറ്റംസ് മാത്രമായിരുന്നു അപ്പൊ എന്താണെന്നുള്ളത് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലായിരുന്നു അവർ ഈ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള വെള്ള ഡോക്ടേഴ്സിന് മുഴുവൻ പോയി കാണും അങ്ങനെയൊക്കെ ചെയ്തു എന്നിട്ടും അതിന് എന്താണ് ഒരു എക്സാക്ട് റീസൺ എന്നുള്ളതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പൊ അതിനുശേഷം അവർ നിംഹാൻസിലേക്ക് കൊണ്ടുപോയി ഈ കുട്ടീനെ കൊണ്ട് അതൊരു മൂന്നാല് വർഷത്തിന് ശേഷമാണ് അതിന്റെ എന്താണ് ആ ഒരു ഇൻസിഡൻസ് എന്നുള്ളത് ആ കുട്ടി ചെറുപ്പത്തിൽ ട്യൂഷന് പോകുന്നുണ്ടായിരുന്നു അപ്പൊ ആ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്ന അവിടെ തന്നെ ഒരു റിലേറ്റീവ് ആണ് ട്യൂഷൻ എടുത്തത് ആ വ്യക്തി ഈ കുട്ടിയുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അത് കണ്ടുപിടിച്ചത് അഞ്ചാം ക്ലാസ് തൊട്ട് തുടങ്ങിയ ഒരു ഇൽനെസിന്റെ ഇത് കണ്ടുപിടിച്ചത് ഒരു നയൻത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു നയൻത് സ്റ്റാൻഡേർഡ് ആയപ്പോഴും അവരുടെ വയലൻസ് ബിഹേവിയർ അങ്ങനെ അഗ്രസീവ് ആകുക അങ്ങനെ ഒത്തിരി ഇതായിട്ട് ഉള്ള ബിഹേവിയേഴ്സുകൾ കാണിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അവർ നിംഹാൻസിലേക്ക് ഈ കുട്ടീനെ കൊണ്ടുപോയത് അപ്പൊ അവിടെ ചെന്ന് ഒരു വൺ മന്ത് ട്രീറ്റ്മെന്റ് എടുത്ത് അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷമാണ് എന്താണ് എക്സാക്ട് കോസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു അവരെല്ലായിടത്തും പോയെന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് അതിനുശേഷം പിന്നെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിലാണ് നിംഹാൻസിനെ എല്ലാ എല്ലാ പ്രാവശ്യവും പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്തേക്ക് പിന്നീട് അവർ വന്നത് ഇപ്പൊ എന്താണ് ആണെങ്കിലും ഒരു നിംഹാൻസിന് ഡയഗ്നോസ് ചെയ്തതും പോസ്റ്റ് ട്രമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നുള്ള രീതിയിലായിരുന്നു പി ടി എസ് ഡി എന്നുള്ള രീതിയിലായിരുന്നു ഡയഗ്നോസ് ചെയ്തത് അങ്ങനെയാണ് ആ ഒരു ഇഷ്യൂ ഇത് ചെയ്തത് അപ്പൊ അത്രയും നീണ്ട കാലയളവ് എടുത്തു അതിനെ ഡയഗ്നോസ് ചെയ്യാൻ പോലും അത് എന്താണ് ആ ഒരു ഇഷ്യൂ എന്ത് ചോദിച്ചാലും ആ കുട്ടി മിണ്ടുന്നില്ലായിരുന്നു ആ സമയത്തൊന്നും കാരണം ഒന്നും പറയുന്നില്ല എക്സാക്റ്റ് ആയിട്ട് കൗൺസിലിങ്ങിനും ഒക്കെ അവര് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് പക്ഷെ ആരുടെ അടുത്തും എന്താണ് കാരണം അല്ലെങ്കിൽ ആ കുട്ടി സ്കൂളിൽ പോകാൻ മടി മടി കാണിക്കുക അങ്ങനെയുള്ള ബിഹേവിയറുകളൊക്കെ ആയിരുന്നു കാണിച്ചിരുന്നത് അപ്പൊ എന്താണ് എക്സാക്റ്റ് റീസൺ എന്നുള്ളത് ആരുടെ അടുത്തും തുറന്നു ഇല്ലായിരുന്നു അങ്ങനെയാണ് അവര് നിഹാൻസിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തത് okay okay so abuses are one of the reason for trauma okay Are they? any other serious accidents accidents of course right love failure love failure trauma ilekku etto ningalude opinion endana depression ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എനിക്കറിയില്ല പക്ഷെ anganeyanu thonunnathu പിന്നെ നമുക്ക് ട്രോമയിലേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഈ ഒരു വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഒത്തിരി കേസുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഡിപ്രഷൻ ആയിട്ട് അല്ലെങ്കിൽ വീട് പോയിട്ട് എക്കണോമിക്കൽ പ്രോബ്ലം ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഉള്ള ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി അങ്ങനെയുള്ള ഒരു കേസുകളും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു അതിനെ നേരിട്ട് കണ്ടിട്ട് അതിന്റെ ഭയം കൊണ്ട് ട്രോമ ആയിട്ട് പോയത് ഇപ്പൊ ആ വെള്ളപ്പൊക്കം വന്നപ്പോ വെള്ളം അങ്ങോട്ട് കയറി വരുന്ന ആ ഒരു ഇത് ആ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്തപ്പോ അത് ട്രോമയിലേക്ക് പോയത് അപ്പൊ ആ സമയത്ത് അങ്ങനത്തെ കേസുകൾ കുറെ വന്നിട്ടുണ്ടായിരുന്നു witnessing of fearful incidents എനിക്ക് തോന്നുന്നു ലവ് അഫെയറിൽ കുറേയും കൂടി ആണ് വരിക ഇനി ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ഇവന്റുകൾ ഉണ്ടെങ്കിൽ അത് ട്രൊമാറ്റിക് ആകാം അതല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ മൂഡ് ക്രിയേറ്റ് ചെയ്ത് പിന്നെ അതിൽ നിന്ന് അത്രയും സ്ട്രെസ്ഫുൾ ആയാൽ ചിലപ്പോൾ വരാം പക്ഷെ മെജോറിറ്റി ഒരു ഡിപ്രഷൻ മൂഡാണ് പൊതുവെ കണ്ടിരിക്കുന്നത് Then losing someone suddenly, uh, like a baby or someone ഒരു പെട്ടെന്നൊരു ലോസ് മരണങ്ങള് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ പെട്ടെന്ന് അങ്ങോട്ട് ടൈമിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് നമ്മിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ വരുന്നത് ഒരു പി ടി എസ് ഡി അവസ്ഥ വരാം യെസ് റൈറ്റ് റോൾ ചേഞ്ച് വരുമ്പോൾ ഇപ്പോ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനത്തെ കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ആ ഒരു സമയങ്ങളിൽ ട്രോമാറ്റിക് ഫീൽഡിലേക്ക് പോകുന്ന ആ ഒരു ട്രോമയായിട്ട് മാറുന്ന ഒരു ഇത് ആ ഒരു ഡെലിവറി പോസ്റ്റ്മോർട്ടം പീരിയഡിൽ സൈക്കോസിസ് ആണോ സൈക്കോസിസ് ഡിഫറെന്റ് ആണ് സൈക്കോസിസ് അല്ലാതെ തന്നെ ട്രോമ ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനും ഞാൻ അങ്ങനത്തെ കേസ് കണ്ടിട്ടുണ്ട് ഹോർമോൺ ചേഞ്ചസ് ചേഞ്ചസ് മാത്രം എന്ന് പറയാൻ പറ്റില്ല അതിനകത്ത് ഇപ്പൊ നമ്മൾ ആ കേസ് കാണുമ്പോൾ പലതും ആകാം ബയോളജിക്കൽ ആകാം അതല്ല എങ്കിൽ സൈക്കോസോഷ്യലും ആകാം അപ്പോൾ ഡിഫറെന്റ് ആയിട്ടാണ് അത് ഇത് ചെയ്തിരിക്കുന്നത് പലതും പല കേസുകളിലും പല രീതിയിലാണ് എനിക്ക് തോന്നുന്നു ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി അതിനുശേഷം വരുന്ന പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ആണ് ഇനി അതിൽ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് blackouts extreme pain that's a cause for stress then എന്തെങ്കിലും ഡേഞ്ചറസ് ഇൻ ദ സിറ്റുവേഷൻ ആ ഓൺ ദ ടൈമിൽ ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോൾ ഹൈ സ്ട്രെസ് അടിക്കുമ്പോഴാണ് പി ടി എസ് ടിയിലേക്ക് ചാടുന്നത് pregnancy as such P T S T വരുന്നില്ല പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ചില താളപ്പിഴകള് അതെ അതെ അതെ അത് തന്നെയാണ് സിസ്റ്റർ പറഞ്ഞത് കോംപ്ലിക്കേഷൻസ് ആയിട്ടാണ് പി ടി എസ് വരുന്നത് അല്ലാതെ അല്ലാതെ സൈക്കോസിസ് ഉണ്ട് അതല്ലാതെ തന്നെ നോർമൽ ആയിട്ടുള്ള ഡിപ്രഷൻ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അങ്ങനെയുള്ള കേസുകളും ഉണ്ടാകാറുണ്ട് അതല്ലാതെ പി ടി എസ് ഡിയിൽ ഇതൊരു കോംപ്ലിക്കേഷൻ വരുന്ന ഒരു സമയത്താണ് പി ടി എസ് ഡി ആയിട്ട് പോകുന്നത് പോസ്റ്റ് പാർട്ടം യെസ് ഇവിടെ നിങ്ങൾക്ക് ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അബ്യൂസസ് ട്രോമ ഉണ്ടാക്കും തീർച്ചയായിട്ടും ഡൊമസ്റ്റിക് വയലൻസ് ഒരു റീസൺ ആണ് പി ടി എസ് ടിക്ക് ഹൈ ആങ്സൈറ്റി ഉണ്ടാക്കാനുള്ള ഒരു രീതിയാണ് ആരും സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനില്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള ഒന്നാണ് P T S T Okay. Disaster or crisis with adult ഇതിനെ പി ടി എസ് ടി ഇവിടെ മെഡിക്കൽ ഫീൽഡുകാരുണ്ടെന്ന് തോന്നുന്നു എക്യൂട്ട് ആൻഡ് ക്രോണിക് എന്ന് പറയുന്നതുണ്ട് അപ്പൊ ഇതില് നേരത്തെ മാഡം പറഞ്ഞായിരുന്നു വർഷങ്ങൾ അപ്പൊ അതിന് രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് നോക്കാം അപ്പൊ അത് ഡി എസ് എം ഫോറിൽ അല്ലെങ്കിൽ ഡി എസ് എം ഫൈവില് ഒക്കെ നിങ്ങൾ അല്ലെങ്കിൽ സി എസ് ടി നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ സ്റ്റേജ് ഇതിന് സിംറ്റംസ് ഉണ്ട് ഇത്ര സിംറ്റംസ് കവർ ചെയ്യണം ഏതാണ് P T S T P T S T എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സ്ട്രെസ് അല്ല ഇതിൽ പെടുന്നത് ഏതാണ് എത്ര മാസം മുതൽ എത്ര മാസം വരെയാണ് ക്രോണിക് എക്യൂട്ട് എന്നൊക്കെ പറയുന്നത് വ്യത്യാസങ്ങളുണ്ട് അത് മനസ്സിലാക്കിയിരിക്കണം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇന്റർവെൻഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെ തന്നെയല്ലേ ഡോക്ടർമാരെ മെഡിക്കൽ ഫീൽഡുകാരെ ഇത് ഈ പറഞ്ഞതിൽ എത്ര മാസമാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല പിന്നെ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഒരു ഒരു ഡിസീസ് ചില ഡിസീസിന് ത്രീ മന്ത്സ് പറയും ചില ഡിസീസിന് വൺ ഇയർ ഒക്കെ പറയും അത് സന്ദർഭം അനുസരിച്ച് ആ പീരീഡ് മാറും അക്യൂട്ട് ആണെങ്കിൽ I think so three months and chronic ആണെങ്കിൽ സിക്സ് മന്ത്സ് ആണെന്നാണ് എന്റെ ഒരു ഇതെങ്കിലും ആവറേജ് ഒരു സിക്സ് മന്ത്സ് ആണ് സാധാരണ ക്രോണിക്കിന് പറയാ പറയാ അപ്പൊ ഒന്ന് നിങ്ങൾ ഡി എസ് എം ഫോർ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഞാനും കേട്ടിരിക്കുന്നത് സിസ്റ്റർ അപ്പൊ അന്ന് ഡി എസ് എം ഫോർ നോക്കി അത് കൃത്യം ക്രൈറ്റീരിയ പറയുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ ഒരു എത്ര അതിന്റെ ഗൗരവം നമ്മൾ അളക്കുന്നത് അങ്ങനെയാണ് ഇനി ഇതിലെ common crisis of early adulthood common problems intimate relationship common disturbance coming from working field ഇങ്ങനെ ഒരു പല തലത്തിൽ നിന്നാണ് അഡൾട്ട് ക്രൈസിസിനെ ഫേസ് ചെയ്യുന്നത് സർവീസ് ഫോർ ഫാമിലീസ് നമ്മൾ എന്താണ് ഇങ്ങനെയുള്ള ഫാമിലീസിന് കൊടുക്കുന്നത് problems that are experienced by adult may also place children at great risk of developing psycho social problems ഇത്തരത്തിലുള്ള കുടുംബങ്ങളിൽ കുട്ടികൾക്ക് ഈ ഒരു പാരൻസ് ആണ് അല്ലെങ്കിൽ ഒരു അഡൾട്ടാണ് ഈ ഒരു ഇത്രയും ട്രോമറ്റൈസ്ഡ് എക്സ്പീരിയൻസിലേക്ക് വന്നിരിക്കുന്നത് എങ്കിൽ അത് അവരെ മാത്രമല്ല ബാധിക്കുന്നത് അവരുടെ കുട്ടികളെയും അത് റിസ്ക് ആണ് അവരിലും സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട് അവിടെയാണ് ഫാമിലി തെറപ്പിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത് all services include those in other parts of parts of the caring system and in other agencies should focus on the needs of the children and younger people നമ്മളിപ്പോൾ crisis management is a particular ടോപ്പിക്കാണ് എല്ലാവർക്കും ആ ഒരു വിഷയം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എസ്പെഷ്യലി എച്ച് ആർ എം ഗ്രൂപ്പുകാർ അല്ലെങ്കിൽ ക്രൈസിസ് ഇന്റർവെൻഷൻ ഗ്രൂപ്പുകാർ സോഷ്യൽ വർക്ക് അങ്ങനെയൊക്കെയുള്ളവരാണ് മെയിനായിട്ട് ക്രൈസിസ് ഇന്റർവെൻഷൻ പ്രോഗ്രാംസ് ഡീൽ ചെയ്യുന്നവർ പക്ഷേ ഇവരോടൊപ്പം ചേർന്ന് നമ്മൾ അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ ചെല്ലുമ്പോൾ നമുക്ക് ക്ലിനിക്കൽസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇവരൊക്കെയാണ് ക്രൈസിസ് ഇന്റർവെൻഷൻ പ്രോഗ്രാം ചെയ്യുന്നവർ ഇതിനോട് ചേർന്ന് നിന്ന് ഈ ഒരു ഏജൻസിയോട് ചേർന്ന് നിന്ന് നമുക്ക് കുടുംബത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു അഡൾട്ടിനെ ബാധിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കൊച്ചിനെ നമുക്ക് കുറച്ചും കൂടിയും അവരെ ഫോക്കസ് ചെയ്താൽ മതി പക്ഷെ ഇതൊരു അഡൾട്ടിനെ ബാധിച്ചു കഴിഞ്ഞാൽ മൊത്തം ഫാമിലി സിസ്റ്റത്തിനെ ചിലപ്പോൾ അത് ബാധിക്കാം മറ്റുള്ളവരെ ഫാമിലിയുടെ മറ്റ് അംഗങ്ങളെ അത് ബാധിക്കാം അതുകൊണ്ട് ഫാമിലിയെ മൊത്തം ഫോക്കസ് ചെയ്യാൻ ഈ ഏജൻസിയോട് ചേർന്ന് നിന്ന് നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ എന്ത് സപ്പോർട്ട് സിസ്റ്റമാണ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് എങ്ങനെയാണ് അഡൾട്ടിന് കൊടുക്കേണ്ടത് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ എസ്റ്റാബ്ലിഷിംഗ് റാപ്പോർട്ട് റാപ്പോർട്ട് ബിൽഡിംഗ് ആണ് ഇതിൽ ഏറ്റവും നല്ലത് കാരണം ഇവർക്ക് അധികം പറയാനല്ല ഉണ്ടാവുക പറയണമെങ്കിലോ എക്സ്പ്രസ് ചെയ്യണമെങ്കിലോ അത്രയും ട്രസ്റ്റ് നമ്മിൽ വരണം കാരണം ഇവരുടെ ട്രസ്റ്റ് ആണ് പോയിരിക്കുന്നത് ഇവർക്ക് പറയാനുള്ള ഗട്ടറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും നല്ലൊരു റാപ്പോർട്ട് വന്നാൽ മാത്രമേ ഇവരുടെ ഉള്ളിൽ നിന്ന് ഇത് വരികയുള്ളൂ ആക്റ്റീവ് ലിസണിങ് ഇവരെ നന്നായി ശ്രദ്ധിക്കാനുള്ള ഒരു ഒരു നല്ലൊരു ക്ഷമ നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം some do's and don'ts do say these are normal reaction to ആർക്കായാലും ഇങ്ങനെ ഇയാള് ആയതുകൊണ്ട് ഇങ്ങനെ എന്നുള്ളതല്ല ആരായാലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഒരു ഡിസാസ്റ്ററിനോടും പ്രതികരിക്കുക എന്നുള്ളതാണ് ആദ്യം അവരെ വേറാക്കുക ഇറ്റ് ഈസ് അൺഡി understandable that you feel this way ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇയാൾ ഇതിങ്ങനെയാണ് ഫേസ് ചെയ്തിരിക്കുന്നത് പക്ഷെ എല്ലാവരും അയാൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്നുള്ളത് അവർക്ക് ഒരു ഉറപ്പ് കൊടുക്കണം you are not going crazy ഇയാളായതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ക്രേസി ആകുന്നതല്ല ഇത് ഇയാളുടെ ഫോൾട്ട് അല്ല you did the best you could ഇയാൾ ഇയാൾക്ക് പറ്റുന്നത് ഇയാൾ ചെയ്യുന്നുണ്ട് things may never be the same ഇതുപോലെ തന്നെ ആയിരിക്കില്ല but they will get better and you will feel better അവർ ശരിയാവും നിങ്ങളും ശരിയാകും എന്നുള്ള രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഡൂസിലൂടെ നമ്മൾ കൊടുക്കുക don't it could have seen worse ഇത് ഇതിലും വേഴ്സ്റ്റ് ആവും അങ്ങനെയല്ല you you can always get another pet car house ഇത് അങ്ങനത്തെ റിലേറ്റഡ് ആണെങ്കിൽ ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇനിയും കിട്ടാനായിട്ട് you can always get another one it's best if you just stay stay busy അപ്പൊ ഇവരെ കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്യിക്കാനുള്ള ഒരു ശ്രമമാണ് ഡോൺസ് ഇങ്ങനെ പാടില്ല പാടില്ല എന്നതിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കാം പക്ഷെ ഇത് ഡയറക്റ്റ് ആയിട്ടല്ല ഒരിക്കലും പറയും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാനേ പാടുള്ളൂ അങ്ങനെ ഒരിക്കലും പറയില്ല എഷുറൻസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഇല്ലാത്തതിനെ നമ്മൾ ജനറലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു I know just how you feel you need to get on with your life എനിക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ലൈഫിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി ഇരിക്കുന്നു എന്നുള്ള ഒരു അഷുറൻസിലൂടെയൊക്കെയാണ് ചില ഡൂസിലൂടെയും ചില ഡോൺസിലൂടെയും ഇൻഡയറക്ട്ലി ആണ് വ്യക്തികളുടെ ലൈഫിലേക്ക് കംപ്ലൈൻറ്റ് അല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടുള്ള ഒരു അല്ല ഇതെല്ലാവർക്കും ബാധകമാണ് എന്നുള്ള രീതിയിൽ ഒരു അഷുറൻസ് അതല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കേണ്ടതല്ല കുറച്ചും കൂടി ഇങ്ങനെയാണ് ആകേണ്ടത് എന്ന് ഇൻഡയറക്ട്ലി അവരുടെ അടുത്തേക്ക് നമ്മൾ കൺവേ മെസ്സേജ് മെസ്സേജസ് കൊടുക്കുകയാണ് ചെയ്യുക elements of crisis or disaster counselling assessing the situation ആ ഒരു കറണ്ട് സിറ്റുവേഷൻ നമ്മൾ ഏത് നിങ്ങൾ ഫാമിലി തെറപ്പിയിൽ ഇത് നോക്കിയാൽ ആദ്യം വരിക അസസിങ് അസസ്മെന്റ് ആണ് അസസിങ് ദ സിറ്റുവേഷൻ എങ്ങനെയാണ് ആ വീടിന്റെ സിറ്റുവേഷൻ എന്നൊന്ന് അസസ് ചെയ്യുക എഡ്യൂക്കേറ്റ് ചെയ്യുക ഓഫറിങ് സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഏതൊക്കെ തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത് കൊടുക്കാൻ ഉള്ള ഓഫറിങ് ഇടുക മാനദണ്ഡങ്ങൾ നോക്കുക സപ്പോർട്ട് കൊടുക്കാൻ ഏതൊക്കെ വഴികളാണ് ഉള്ളത് എന്നുള്ളത് റിയലി നോക്കണം നമ്മൾ വെറുതെ കൗൺസിലിംഗ് ചിലപ്പോൾ മാത്രമായതുകൊണ്ട് ഒന്നും വർക്കാവില്ല ഡെവലപ്പിംഗ് കോപ്പിംഗ് സ്കിൽസ് ഏതൊക്കെ കോപ്പിംഗ് ആണ് ഇവരെ പഠിപ്പിക്കേണ്ടത് അസർട്ടീവ് ട്രെയിനിങ് ആണോ അതല്ലെങ്കിൽ കോഗ്നറ്റീവ് ചേഞ്ച് ആണോ അതല്ലെങ്കിൽ റിലാക്സേഷൻ മോഡാണോ ഇങ്ങനെയുള്ള ഏതാണോ അതിനനുസരിച്ചിട്ടുള്ളത് ഇവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് psycho social support for family for task task of helping to accept the reality of the loss ഇതാണ് ആദ്യത്തെ ടാസ്ക് നമുക്ക് നഷ്ടം സംഭവിച്ചു ചിലപ്പോൾ വീടായിരിക്കാം വ്യക്തിയായിരിക്കാം പട്ടിയായിരിക്കാം കൊച്ചായിരിക്കാം എന്ത് തന്നെയായാലും അവർക്ക് അതിനോടുള്ള അറ്റാച്ച്മെന്റ് അനുസരിച്ച് ആ ലോസ് വളരെ വലുതായിരിക്കും ആ ഒരു റിയാലിറ്റീനെ ആക്സെപ്റ്റ് ചെയ്യുക ആക്സെപ്റ്റ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് ഒരു സോഷ്യൽ സൈക്കോ സോഷ്യൽ സപ്പോർട്ടർ എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാനുള്ളത് to work through the pain of grief ഈ ഗ്രീഫ് ഗ്രീഫ് അതിനാൽ തന്നെ ഒരു ഗ്രീഫ് തെറപ്പി തന്നെയുണ്ട് ഡിനായൽ ആക്സെപ്റ്റൻസ് അങ്ങനെ പറയുന്ന ഒരു സ്റ്റെപ്പ് വൈസിൽ നിങ്ങൾ നെറ്റിലൊന്ന് അടിച്ചു നോക്കിയാൽ അറിയാം ഗ്രീഫ് തെറപ്പി ഉണ്ട് അപ്പൊ സ്റ്റെപ്പ് വൈസ് ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒന്നല്ല പക്ഷെ അതിൽ നിങ്ങൾക്ക് ആദ്യം അവരതിനെ ഡിനൈ ചെയ്യുന്നത് കാണാം പിന്നെ കുറെ എണ്ണി പറക്കുന്നത് കാണാം പിന്നെ ദൈവത്തിനെ പഴിക്കുന്നതൊക്കെ കാണാം അതിനുശേഷം സ്ലോലി സ്ലോലി ആക്സെപ്റ്റ് ചെയ്ത് വരുന്നത് കാണാം പിന്നെ റിയാലിറ്റിയിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന കാണാം ഇതൊരു പാറ്റേൺ ആണ് അപ്പൊ ആദ്യത്തിൽ തന്നെ അയ്യോ അങ്ങനെ പറയരുത് എന്ന് പറയരുത് ഗ്രീഫിന് വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയണത് അവരുടെ രീതിയിലുള്ള ഡിനായലും ആക്സെപ്റ്റൻസും കംപ്ലൈൻസും ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് സ്ലോലി അവരൊരു റിയാലിറ്റി ബേസിലേക്ക് വരുന്നുള്ളൂ ആ ഒരു പ്രോസസ്സിനെ വർക്ക് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളുടെ കടമയാണ് to adjust to an environment in which the dead person is missing ഒരു വ്യക്തി മരിച്ചു അല്ലെങ്കിൽ ഒരാൾ മിസ്സായിപ്പോയി അല്ലെങ്കിൽ എന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നു അതിനോട് ആ ഒരു എൻവയോൺമെന്റിനോട് കോപ്പി ചെയ്യിപ്പിക്കുക അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കുക ടൈം എടുക്കുന്ന ഒന്നാണ് പെട്ടെന്നൊന്നും പറ്റുന്ന ഒരിതല്ല ചിലപ്പോൾ പല സെഷൻസ് തന്നെ വേണ്ടി വരും ആ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതിന്റെ വിജയം എന്ന് പറയുന്നത് relocate emotionally the deceased person and move on the life അതിലേക്ക് ആ ഒരു ഏതൊരു ഇമോഷനിലേക്കാണോ ആൾ തിരിച്ചു വരേണ്ടത് അതിലേക്ക് കൊണ്ടുവന്ന് ലൈഫിനെ പോസിറ്റീവായിട്ട് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഒരു സൈക്കോ സോഷ്യൽ സപ്പോർട്ടർ എന്ന നിലയ്ക്ക് നമ്മൾ ഫാമിലിയിൽ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഇതിനെ കൊടുക്കുന്ന ട്രെയിനിങ്ങുകൾ focus on the training is on ventilation empathy active listening social support externalization of interest value of relaxa relaxation ചിലപ്പോൾ സ്പിരിച്വാലിറ്റി വർക്ക് ചെയ്യും അവർ ഫെയ്ത്ത് ലെവലിലൊക്കെ ഹൈ ആണെങ്കിൽ സ്പിരിച്വാലിറ്റി നന്നായി വർക്ക് ചെയ്യും ഈ ഒരു ഫീൽഡിൽ റെഫറൽ ടെക്നിക്സ് ചിലപ്പോഴൊക്കെ നമ്മൾ മെഡിക്കൽ റെഫറൻസ് അല്ലെങ്കിൽ മറ്റ് ക്ലിനിക്കൽ റെഫറൻസുകളൊക്കെ വേണ്ടി വരും വേറൊരാളെ കൂടിയും ഹെൽപ്പ് വേണ്ടി വരും ആ ഒരു ടെക്നിക്കുകളൊക്കെ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഇവരെ ഒരു റിയൽ നഷ്ടങ്ങളുടെ ഉള്ളിൽ കൂടെയും ജീവിക്കാനായിട്ട് പ്രാപ്തരാക്കാൻ എന്നുള്ളതാണ് ഇതിലൂടെ ചെയ്യുക disaster management building community mental health services നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ സൈക്കോളജിക്കൽ ഹെൽപ്പ് മാത്രമല്ല ഈ നമ്മൾ ഫിസിക്കൽ സോഷ്യൽ അങ്ങനെ എല്ലാ അവയർനെസ്സും കൂടിയതാണ് ഇത് ഈ ഒരു ഡിസാസ്റ്ററിനെ ഏതൊക്കെ രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കും അതിന് പറ്റുന്ന എല്ലാ മാനദണ്ഡങ്ങളും അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മളൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അതിന് നല്ലൊരു ആക്ഷൻ പ്ലാൻ ഇടും ഒരു ത്രീ മന്ത്സ് അല്ലെങ്കിൽ വൺ മന്ത് ഒരു സിക്സ് മന്ത്സ് അത് കഴിഞ്ഞിട്ടുണ്ട് ഈ വാലുവേഷൻ പ്രോസസ്സൊക്കെ ഉണ്ട് അതിൽ എല്ലാ ഏരിയയും കാറ്റഗറൈസ് ചെയ്യും വ്യക്തികളുടെ മെന്റൽ ഹെൽത്ത് മാത്രമല്ല ആ ഡിസാസ്റ്റർസിനെ തടയാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എന്താണ് കൂടുതൽ അത് സ്പ്രെഡ് ആകാതിരിക്കാനുള്ളത് എന്താണ് ഇനി അത് വരുമ്പോൾ അവിടെ നിന്ന് എന്താണ് പ്രിക്കോഷൻ ആയിട്ട് എടുക്കേണ്ടത് എന്ന് തുടങ്ങുന്ന എല്ലാം ഇൻവോൾവ് ചെയ്യുന്ന ഒന്നാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ഇതിൽ building community mental health services മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാം അതാണ് ഇതിലൂടെ മെയിൻ ഉദ്ദേശം ഇതൊരു കോർഡിനേറ്റഡ് വർക്കാണ് ചിലപ്പോൾ ഇതിൽ ഒരു ടീം അംഗങ്ങൾ തന്നെ ഉണ്ടാവും മെഡിക്കൽ ഫീൽഡുകാരുണ്ടാവും സൈക്കോ ഫീൽഡുകാരുണ്ടാവും സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാവും ഇനി അതല്ലെങ്കിൽ ആന്ത്രപ്പോളജിസ്റ്റ് ഉണ്ടാവും അങ്ങനെ പലരുടെയും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഫാർമക്കോ തെറപ്പിസ്റ്റ് ഉണ്ടാവും അങ്ങനെ എല്ലാവരും അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഒരു ഇതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളത് ഇതൊരു long term medical health plan ആണ് സ്ട്രാറ്റജിക് എലിയൻസ് ആണ് ഇവാലുവേഷൻസ് ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാകും move to the gender and mental health ജെൻഡറും മെന്റൽ ഹെൽത്തും തമ്മിലുള്ള കണക്ഷൻ എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ആണ് പെണ്ണ് ആൻഡ് മെന്റൽ ഹെൽത്ത് ഇത് തമ്മിലുള്ള കണക്ഷൻ എന്താണ് ഞാൻ വേറെ രീതിയിൽ ചോദിക്കാം ആണുങ്ങൾക്കാണോ മെന്റൽ ഹെൽത്ത് കൂടുതൽ പെണ്ണുങ്ങൾക്കാണോ മെന്റൽ ഹെൽത്ത് കൂടുതൽ മെന്റൽ ഹെൽത്ത് കൂടുതൽ സ്ത്രീകൾക്കായിരിക്കും ആണുങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങി ഡിപ്പെൻഡന്റ് ആണ് നമുക്ക് അങ്ങനെ കൃത്യം പറയാൻ പറ്റത്തില്ല ചിലപ്പോ നമ്മൾ ആണുങ്ങൾക്ക് കാണും ചിലപ്പോ പെണ്ണുങ്ങൾക്ക് കാണാം ഇതാണ് കേട്ടോ പെണ്ണുങ്ങളുടെ വ്യത്യാസം ഇതാണ് ആണുങ്ങൾ ടോട്ടലി നിങ്ങൾക്ക് വിട്ടു തന്നു പെണ്ണുങ്ങൾ കുറച്ചും കൂടി രണ്ടുപേരും കൂടി കൂട്ടി സംസാരിച്ചു അത് നമ്മള് ബേസിക്കലി നോക്കുവാണെങ്കിൽ സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിൽ ഫിസിക്കൽ ഹെൽത്ത് അല്ല മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ഭർത്താവ് ഇല്ലാതെ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റും പക്ഷെ ഒരു സ്ത്രീ ഇല്ലാതെ ഒരു ഭർത്താവിന് ജീവിക്കാൻ പറ്റുമോ നമ്മൾ റേഷ്യോ എടുക്കുവാണെങ്കിൽ അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇല്ലെന്നുള്ളതാണ് സത്യം അതിലൊരു പാചകം അവരെ ജീവിച്ചു വന്നു സ്ത്രീകളായിരിക്കും കൂടുതൽ അത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് റൈറ്റ് ആണ് ആ പറഞ്ഞ ആശയം വളരെ കറക്റ്റ് ആണ് അത് കൾച്ചറൽ കണ്ടീഷനിങ് അല്ലേ അത് കുറെ എപ്പോഴും പൊതുവെ വീട്ടിൽ സ്ത്രീകളെല്ലാം ഇങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കും ആണുങ്ങൾക്ക് അപ്പൊ പെട്ടെന്ന് ഭാര്യ മരിച്ചാല് പുരുഷന്മാര് ഹെൽപ്ലെസ് ആവുന്നതല്ലേ ഞാൻ അങ്ങനെ ഒരു അങ്ങനെ എന്റെ പേഷ്യൻസിൽ കണ്ടിട്ടുണ്ട് ഭാര്യ മരിച്ചിട്ട് എന്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞ ആളുകളുണ്ട് പൊതുവെ അവരെ വളരെ ബുദ്ധിമുട്ടാണ് അതിനോട് കോപ്പ് ചെയ്യാനായിട്ട് അത് കൾച്ചറൽ ആയാലും എന്ത് തന്നെ ആയാലും പേഴ്സൺ നോക്കുമ്പോൾ അത് അവരുടെ ഹെൽത്തിന്റെ ഭാഗമാണ് മെന്റലി ഹെൽത്തിന്റെ ഭാഗമാണ് നമുക്ക് നോക്കാം ഇതിൽ വളരെ ക്ലിയർ കട്ടായിട്ട് ഒരു പറയുന്നുണ്ട് ജെൻഡറിനും മെന്റൽ ഹെൽത്തിനും തമ്മിൽ കണക്ഷൻസ് ഉണ്ട് അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു യൂണിറ്റിൽ അവർ വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് അപ്പോൾ നമ്മൾ disaster management and crisis management ആ ഭാഗം അവസാനിക്കുകയാണ് നമ്മൾ കിടക്കുന്നത് ഒരു ജെൻഡർ റിലേറ്റഡ് ഇഷ്യൂസ് അതിനോടുള്ള നമ്മുടെ കോപ്പിംഗ് സ്കിൽസ് ഓരോരുത്തരുടെയും വ്യത്യാസപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതിന് ജെൻഡറിന് വളരെ വലിയൊരു സ്ഥാനം നമ്മുടെ ലൈഫിലുണ്ട് gender is a critical determinant of mental health and mental illness gender differences occur particularly in the rates of the common mental disorders depression anxiety ഇത് നോക്കിയിട്ടാണ് നമ്മൾ മെന്റലി ഹെൽത്തി ആണോ അല്ലെങ്കിൽ അൺഹെൽത്തി ആണോ എന്ന് നോക്കുന്നത് ഒരാളുടെ നമുക്ക് അൺഹെൽത്തി എന്ന് പറയുന്നത് എന്താണ് ഇല്ലാത്ത അവസ്ഥ മെന്റലി ആരോഗ്യമില്ല മാനസികമായിട്ട് അതിനെ കോപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയുള്ളപ്പോഴാണ് മെന്റലി ഫിറ്റ് അല്ല എന്ന് പറയുന്നത് അപ്പൊ ഇതില് ജെൻഡറിന് ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കുമ്പോൾ കോമൺ മെന്റൽ ഡിസോർഡേഴ്സ് ആയ ഡിപ്രഷൻ ആങ്സൈറ്റി സൊമാറ്റിക് കംപ്ലൈൻസ് ഇതിനെല്ലാം ജെൻഡറിന് വളരെയധികം സ്ഥാനമുണ്ട് these disorders in which women predominant affect approximately one of three people in the com uh, community and constitute a seri serious public health problem. നിങ്ങളോട് പറഞ്ഞത് മനസ്സിലാക്കി കാണായിരിക്കും ഇത് ആർക്കാണ് കൂടുതൽ കാണപ്പെടുന്നത് depression anxiety somatic complaint these disorders in which women predominant സ്ത്രീകൾക്ക് കൂടുതൽ യെസ് സ്ത്രീകൾക്ക് കൂടുതൽ എന്നുള്ളതാണ് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ ആശയം അവിടെ വിടരുത് നേരത്തെ ഇവിടെ നല്ലൊരു ആശയം പങ്കുവെച്ചായിരുന്നു അത് അവിടെ തന്നെയുണ്ട് പക്ഷെ ഇങ്ങനെ ഓരോ അസുഖങ്ങൾ എടുത്ത് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് ചിലതിലെ സ്ഥാനം കൂടുതലുണ്ട് അപ്പൊ affect approximately one of three people in community and constitute a serious public health problem ആയിട്ട് അതിനെ ഡയഗ്നോസ് ചെയ്യുന്നു underlying factors the interactions between biological and social vulnerability genetic and biological factors play some role in the higher prevalence of depressive and anxiety disorders among women സ്ത്രീകളുടെ ഇടയിൽ ഡിപ്രസീവും ആങ്സൈറ്റിയും അസുഖങ്ങൾ ഉണ്ടാക്കാനായിട്ട് ബയോളജിക്കൽ ഓർ ജെനറ്റിക്കൽ ഫാക്ടേഴ്സ് ഒരു പരിധിവരെ കാരണം ആകുന്നുണ്ട് gender based violence data although fragmentarily indicate strong associations between gender based violence and mental health depression anxiety and stress related syndromes dependence on psycho uh, psychotropic medications and substance use and suicides are mental health problems associated with violence in women's life. Uh, നമുക്ക് ഈ പറയണത് ഏത് ഏത് വകുപ്പായാലും ഈവൻ സബ്സ്റ്റൻസ് അബ്യൂസ് ആയാലും ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് മെന്റലി ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എടുക്കുന്നതാണ് അതല്ലെങ്കിൽ സൈക്യാട്രിക് രീതികൾ നമുക്ക് മെന്റലി ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വരുന്നതാണ് സ്ട്രെസ് റിലേറ്റഡ് സിൻഡ്രംസ് അതായാലും മെന്റലി ടോളറേറ്റ് ചെയ്യാൻ ഇവിടെ നമ്മൾ ആദ്യം സംസാരിക്കുന്നത് സ്ത്രീകളുടെ റേഷ്യോ ആണ് കൂടുതൽ എന്നുള്ളത് തന്നെയാണ് gender bias occurs in the treatment of psychological disorders doctors are more likely to diagnose depression in women compared with men. Depression കൂടുതലും കാണപ്പെടുന്നത് സ്ത്രീകളിൽ ആണ് എന്നാണ് ഇവര് ഇവിടെ പറയുന്നത് even when they have similar scores on standardized measures of depression or present with identical symptoms. സിംറ്റംസ് എല്ലാം ഏകദേശം സെയിം ആണ് പക്ഷെ കൂടുതൽ കാണപ്പെടുന്നത് സ്ത്രീകളിലാണ് ദാൻ പുരുഷന്മാരിലേക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്പോഷേഴ്സ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഡിപ്രഷൻ എന്ന് പറയുന്ന ഡിസോർഡറിലേക്ക് ഡിപ്രഷൻ സിംറ്റംസ് ഒക്കെ കാണിക്കാം ഡിപ്രഷൻ ഡിസോർഡറിലേക്ക് വീഴുന്നത് ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണ് എന്നുള്ളതാണ് ഡേറ്റ പ്രൂവ് ചെയ്യുന്നത് അവിടെ പറഞ്ഞത് ഡോക്ടേഴ്സ് ബയസ് പറഞ്ഞത് അതായത് സ്ത്രീകൾക്കെതിരെ ഒരു എ പ്രീകൺസീവ് നോഷൻ അപ്പൊ ഒരു സ്ത്രീ ഒരു അസുഖമായിട്ട് വന്നാൽ ഡിപ്രഷന്റെ ഡയഗ്നോസിസ് പിന്നെ എന്താ ഓവർ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നല്ലേ പറയണേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബയാസ് വരാൻ സാധ്യതയുണ്ട് പക്ഷെ എന്റെ അവസാനത്തെ സെന്റൻസ് നിങ്ങൾ നോക്കിയാൽ അറിയാം even when they are similar scores on standardized measures ഇങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരു സംഗതി മെൻ വുമണിൽ വരാം എന്ന് വരികിലും even then when have similar scores on standardized measures of depression or present with identical symptoms കൂടി വരാൻ കാരണം സ്ത്രീകൾക്ക് ഈസ്ട്രജൻ കുറയുമ്പോ സ്വാഭാവികമായിട്ട് ഡിപ്രഷൻ കൂടുന്ന ഒരു അവസ്ഥ ഉണ്ട് ഇതില് നമ്മൾ പറയണത് ഈ മെഡിക്കൽ ഡേറ്റ നോക്കുമ്പോൾ നമ്മൾ സിംറ്റംസ് രണ്ടു കൂട്ടർക്കും സെയിം തന്നെയാണെന്നാണ് ഇവർ പറയുന്നത് പിന്നെ ഒരു ബയാസ് വരാം വരാമെന്നേ പറയുന്നുള്ളൂ പക്ഷെ ഇവിടെ പറയുന്നതില് രണ്ടു കൂട്ടർക്കും സിംറ്റംസ് ഉണ്ട് പക്ഷെ ഇതിന് ഡയഗ്നോസ് ചെയ്യണം ഡിസോർഡർ ഫോമിലേക്ക് വരുമ്പോൾ വരാൻ സാധ്യത നമ്മൾ കുറച്ചും കൂടിയും നമ്മൾ പറയണത് ആൺ ആണുങ്ങൾ കുറച്ചും കൂടിയും എക്സ്പോഷേഴ്സ് അടിച്ച് പുറത്തേക്ക് കയറിപ്പോരും എന്നാലും അഡ്മിഷൻ കേസസ് തീരെ കുറവൊന്നുമല്ല ആണുങ്ങളെ ഡിപ്രഷൻ കേസസ് അത്യാവശ്യം നന്നായിട്ടുണ്ട് പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മളൊരു സ്ത്രീകളുടെ മോഡ് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി അതൊരു ഇത്തിരി ഹൈ ആയിട്ട് നിൽക്കും എന്ന് ഇനിയുള്ള സ്ലൈഡുകളിൽ നിങ്ങൾക്ക് അത് കാണാം കമ്പാരിറ്റീവ്ലി ഒരു സ്ലൈറ്റ് ഹൈ ആയിട്ട് നിൽക്കും എന്ന് വിചാരിച്ച് ആണുങ്ങളുടെ ഡിപ്രഷൻ ഇല്ല എന്ന് ഇല്ല പക്ഷെ നമുക്കൊരു ബയാസ് സാധാരണ വരാൻ സാധ്യതയുണ്ട് പക്ഷെ അതിനെ കംപ്ലീറ്റ്ലി അവർ നെഗ്ലക്ട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അവരവിടെ മെൻഷൻ ചെയ്യുന്നത് ദെൻ ഇതിലെ നമ്മൾ പറയില്ലേ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നുള്ളത് ഇപ്പൊ ഹോർമോണൽ ചേഞ്ചോ എന്ത് തന്നെ ആയാലും അത് നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല ഇവരിവിടെ മെൻഷൻ ചെയ്യുന്നത് ഒരു പരിധിവരെ ജെൻഡർ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നു മെന്റലി ഇല്ലാക്കാനും അതൊരു പരിധിവരെ സാധിക്കുന്ന ബാധി സാധ്യതയുണ്ട് അതൊന്ന് കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു യൂണിറ്റിന്റെ നമുക്ക് നൽകുന്ന ഇൻഡിക്കേഷൻ അപ്പൊ അവരതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പരിചയപ്പെടുത്തുന്നു നമുക്ക് ജെൻഡറിൽ തന്നെ മെന്റലി ഹെൽത്തി അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാൻ ഉള്ള സാധ്യതകൾ ഏതൊക്കെയാണ് ഇല്ലാക്കാനുള്ള സാധ്യതകൾ ഏതൊക്കെയാണ് A gender approach to health means to distinguish biological and social factors while exploring their interactions and to be sensitive to how gender in inequality affects health outcomes. നമ്മൾ ജെൻഡറിൽ വരുന്ന ഇനിക്വാളിറ്റി അതിന് ഹെൽത്തായിട്ട് കണക്ഷൻസ് ഉണ്ടോ അത് സെൻസിറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ് സോഷ്യൽ ഫാക്ടേഴ്സ് വെച്ചും ബയോളജിക്കൽ ഫാക്ടേഴ്സ് വെച്ചും നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇത് മെയ് ഇത് ഫുള്ളി കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ചില സയന്റിഫിക് സ്റ്റഡികളുടെ വെളിച്ചത്തിൽ നമുക്ക് എക്സ്പ്ലനേഷൻ ഇടാനേ പറ്റുള്ളൂ ഇത് ഫുള്ളി ഇത് തന്നെ ആയിരിക്കും we cannot predict that way A gender approach to mental health provides guidance to the identification of appropriate responses from the mental health care system. അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നത് as well as from public policy decisions and treatment of these problems in un un spelling mistake വന്നിട്ടുണ്ട് അണ്ടർ റിപ്പോർട്ടഡ് ഗ്രൂപ്സ് and also increases potential for greater public participation in health. ഇവരിത് ഫുള്ളി ഒരു ക്ലിയർ കട്ട് ഡേറ്റ് അല്ല അതുകൊണ്ടാണ് ഇതൊരു അപ്പോളജൈസിങ് മോഡിൽ അവരിട്ടിരിക്കുന്നത് പല രീതിയിൽ കൂടെയാണ് ഇത് ഈ ഒരു gender approach to mental health എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇതില് ഇത് മെഡിക്കൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള ഡേറ്റയാണോ അല്ല ഫുള്ളി അങ്ങനെയല്ല പബ്ലിക് പോളിസിയുടെ ഡിസിഷൻസ് ആൻഡ് ട്രീറ്റ്മെന്റിന്റെ മെന്റൽ ഹെൽത്ത് കെയർ സർവീസസിന്റെ ഇതിന്റെയൊക്കെ ഭാഗം ചില പ്രോബ്ലംസ് അറൈസ് ചെയ്തതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു ഗൈഡൻസ് നമുക്ക് തന്നിരിക്കുന്നത് ഇതിന്റെ വെളിച്ചത്തിൽ ഇവർ ചിലത് അവർ ജെൻഡർ ഡിഫറൻസസ് അനുസരിച്ച് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ആ ചെയ്തത് നമ്മുടെ മുൻപിലേക്ക് ഒന്ന് പ്രസന്റ് ചെയ്യുകയാണ് ഒന്ന് anxiety disorders researchers indicate that anxiety disorders are more prevalent in women than in men Uh, and women with anxiety disorders are more likely to uh, more likely than men to experience comorbid de depression, panic with agoraphobia, generalized anxiety. ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ്സുകളാണ് ഇത് ഏകദേശം റിസർച്ചുകളുടെ വെളിച്ചത്തിൽ ഇവർ ഈ ഡിഫറൻസസ് കാണിക്കുന്നു ആങ്സൈറ്റി ഡിസോർഡർ കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നത് സ്ത്രീകളിലാണ് അതിനോട് റിലേറ്റ് ചുറ്റപ്പെട്ട് കിടക്കുന്ന അസുഖങ്ങളും കൂടുതൽ കാണപ്പെടുന്നത് പെണ്ണുങ്ങളിലാണ് ആണുങ്ങളെക്കാൾ മൂഡ് ഡിസോർഡേഴ്സ് കൂടുതലും കാണാൻ സാധ്യതയുള്ളത് എവിടെയായിരിക്കാം സ്ത്രീകളിൽ തന്നെയാണ് large number of epidemiological means medical studies have consistently found that women are more likely to than more likely than men to experience depressive disorders bipolar disorder Elizabeth ma'am ആർക്കായിരിക്കാം കൂടുതൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് മെയിൽ ഫീമെയിൽ എനിക്ക് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയത്തില്ല എനിക്ക് ചില സൈക്കാട്രിസ് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്കറിയില്ല ചില മെഡിക്കൽ കണ്ടീഷൻസിൽ ചിലത് പെണ്ണുങ്ങൾക്ക് വരും കൂടുതൽ വരും ആണുങ്ങൾക്ക് കൂടുതൽ വരും അതെനിക്കറിയാം ആണുങ്ങൾക്കായിരിക്കും ആണുങ്ങൾക്ക് ഇവിടെ പറയുന്നത് അങ്ങനെയാണ് ബൈപ്പോളാർ കൂടുതലും ഫ്രീക്വന്റ്ലി കാണുന്നത് ആണുങ്ങൾക്കാണ് പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ there are significant gender differences ഇതിൽ വേറൊരു വ്യത്യാസം കൂടിയുണ്ട് കുറച്ചും കൂടിയും ബൈപ്പോളാർ ഡിസീസസ് നമ്മൾ കുറച്ചും കൂടി ട്രീറ്റ്മെന്റിന് വിധേയമാക്കുന്നതും അഡ്മിറ്റ് ചെയ്യുന്നതും കുറയും മെയിലിനെയാണ് ദാൻ ഫീമെയിൽ അത്രയും പറ്റാതെയൊക്കെ വരുമ്പോഴാണ് ഫീമെയിൽ ഹോസ്പിറ്റലൈസേഷൻ ഒക്കെ വരുന്നത് എന്നുള്ളതും ഉണ്ട് എന്ന് വരികിലും ഇവരുടെ ഒരു സ്റ്റഡി അനുസരിച്ച് ഇവർ പറയുന്നത് ബൈപോളാർ ഡിസോർഡർ അതായത് both pole manic and depressive mood മാറി മാറി വരുന്ന ബൈപോളാർ ഡിസോർഡർ മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് ആണുങ്ങൾക്കാണ് പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ഈക്വലി ഫ്രീക്വന്റ് എന്നല്ലേ പറയുന്നത് although bipolar disorder occurs equally frequent in men ആണ് അപ്പൊ ഈക്വൽ ആണെന്നല്ലേ പറയുന്നത് ഈക്വലി ഈക്വലി തന്നെയാണ് സോറി എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ് ഡിഫറെന്റ് അതില് നമ്മൾ പറയുന്നത് ഈ രണ്ട് കൂട്ടർക്കും ഞാൻ അതാണ് ഇങ്ങനെ പെട്ടെന്ന് വന്നത് ഇതില് സാധാരണ നമുക്ക് സ്ത്രീകളുടെ ഇടയിലും ബൈപ്പോളാർ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ഇപ്പോ നമുക്കത് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ബൈപ്പോളാർ അപ്പൊ അതിലാണ് പെണ്ണ് വ്യത്യാസം പൊതുവെ വരില്ല പിന്നെ നമുക്ക് അഡ്മിറ്റ് ഹോസ്പിറ്റലൈസേഷൻ വരുന്നത് കൊണ്ട് ചിലപ്പോൾ ആണുങ്ങളിൽ കൂടുതൽ കാണിക്കുന്നു എന്നുള്ളതാണ് പെട്ടെന്ന് എൻ്റെ തലയിൽ വന്നല്ല ഇവിടെ വന്നിരിക്കുന്നത് ഈക്വലി ഫ്രീക്വൻ്റ്ലി വന്നിരിക്കുന്നത് സോ രണ്ടു കൂട്ടർക്കും ഇത് ബാധകമായ ഒന്നാണ് ഈ പറയുന്ന ബൈപ്പോളർ ഈ ഒരു മൂന്ന് കാറ്റഗറൈസേഷൻ ആണ് മെയിനായിട്ട് ഇവര് തിരിച്ചേ പറഞ്ഞിരിക്കുന്നത് ഇനി types of harassment and abuse types of harassment and അബ്യൂസിൽ പെടുന്ന categorization child abuse adolescent abuse adult harassment and abuse old age abuse and neglect ഈ നെഗ്ലക്ട് ആണ് നിങ്ങൾ നേരത്തെ കണ്ട ഒരു നെഗ്ലിജൻസ് എന്ന് പറയുന്ന സംഗതിയിലെ നേരത്തെ ചോദിച്ച ഒരു സംഗതി ട്രോമ പെടാവുന്ന വിഭാഗങ്ങൾ ഇതേത് തന്നെയായാലും ഇതിനെങ്ങനെയാണ് according to this type maltreatment abuse can be classified as follows physical abuse verbal abuse sexual abuse psychological abuse and neglect ഇന്ന് ഗൗരവമായിട്ട് ടാക്കിൾ ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇത് കാരണം ഇത് ചൈൽഡിനെ ആണെങ്കിൽ കൗൺസിലേഴ്സിന് ത്രട്ടുള്ള ഒരു ഏരിയയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏതിലേത് അബ്യൂസ് ആണെങ്കിലും ബിലോ എയ്റ്റീൻ ആണെങ്കിൽ അതിൻ്റെതായ റെമഡീസ് എടുത്തിട്ട് വേണം കൗൺസിലിങ്ങിൽ മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇത് ഇനി സെക്ഷൽ ഹരാസ്മെന്റ് ആൻഡ് അബ്യൂസ് ഇതിലെ ജെൻഡർ ഡിഫറൻസസ് കഴിഞ്ഞ് ഇനി എബ്യൂസിലേക്കാണ് കടക്കുന്നത് ജെൻഡർ ജെൻഡർ ഡിഫറൻസസിൽ നിങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ഒരു നല്ലൊരു പോയിന്റ് ആണ് മെന്റൽ ഹെൽത്ത് ആൻഡ് ജെൻഡർ ഇതിൽ ആർക്കാണ് മെന്റൽ ഹെൽത്ത് കൂടുതൽ കൂടുതലും സ്ത്രീകൾക്കാണ് എന്നൊരു ഒപ്പീനിയൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നായിരുന്നു ആക്ച്വലി മെന്റൽ ഹെൽത്ത് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ എന്നുള്ളതല്ല the tolerance to the situation അതാണ് ഒരാളുടെ മെന്റൽ ഹെൽത്ത് വരുന്നത് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഫാമിലി സിറ്റുവേഷൻസിനോട് കുറച്ചും കൂടിയും ടോളറേറ്റ് ചെയ്യാൻ ഫേസ് ചെയ്യാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണെങ്കിൽ സോഷ്യൽ ഫീൽഡിനോടും കരിയർ ഫീൽഡിനോട് ജോബ് ഫീൽഡിനോട് ഒക്കെ കുറച്ചും കൂടിയും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നത് മെയിലിനാണ് അപ്പൊ ആ ഒരു കമ്പാരിസൺസ് ചിലപ്പോൾ നമുക്ക് കൂടുതൽ മെന്റലി ഹെൽത്തി പേഴ്സൺ വുമൺ ആണോ മെയിലാണോ ഫീമെയിലാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല ചില സിറ്റുവേഷൻസിൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻസ് പക്ക ഓക്കെയാണ് കാരണം ഒരു ലോസ് ബെയർ ചെയ്യാൻ കുറച്ചും കൂടിയും എളുപ്പം സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാളും പക്ഷേ ഒരു ലോസ് ബെയർ ചെയ്യുമ്പോൾ കയറിപ്പോരാനായിട്ട് ഒരു ട്രോമറ്റൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു കൊച്ചു മരിച്ചു അതിലെ അപ്പനും അമ്മയ്ക്കും ഈക്വലി നമ്മൾ പറയുന്നത് അത് ലോസാണ് അപ്പോൾ ഇതിലെ ഇതൊരു ട്രോമയായിട്ട് പാരൻസിൻ്റെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ പൊതുവേ കൗൺസിലിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ആണ് പെട്ടെന്ന് അതിൽ നിന്ന് കയറിപ്പോരും പക്ഷേ സ്ത്രീകൾ കയറിപ്പോരാൻ കുറച്ച് സമയം എടുക്കുന്നത് ആ ഒരു ട്രോമയിൽ നിന്ന് കയറിപ്പോരാൻ ഒരു ആണിനേക്കാളും കുറച്ചും കൂടി സമയം എടുക്കുക മിക്കതും സ്ത്രീകളാണ് അതുകൊണ്ട് ഹെൽത്ത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ it depends on the situations how we face അത് ഓരോന്നിൻ്റെയും അനുസരിച്ച് വ്യത്യാസമുണ്ട് ഇതിൽ നിങ്ങൾ പറഞ്ഞ ഒരു ആശയത്തിൽ വളരെ കറക്റ്റാണ് അതായത് നമ്മുടെ പാർട്ട്ണർ ലീവ് ചെയ്താൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ സ്ത്രീകളെക്കാൾ കുറച്ചും കൂടി ബുദ്ധിമുട്ട് വരുന്നത് പുരുഷന്മാർക്കാണ് പക്ഷെ അത് ബുദ്ധിമുട്ട് സ്ത്രീകൾക്ക് ഇല്ലേ എന്ന് ചോദിച്ചാൽ വളരെ നന്നായിട്ടുണ്ട് പക്ഷെ അതിനെ കുറച്ചും കൂടിയും എടുത്ത് ജീവിക്കാൻ ഇനി അവിടെ ഒരു നേരത്തെ ആരോ പറഞ്ഞു അത് വീട്ടിലെ സാഹചര്യങ്ങള് നമ്മളെല്ലാം ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്ത് തനിയെ വരും ആയിരിക്കാം ആ ഒരു കോണ്ടക്ച്വൽ ബേസ് അതിനൊരു പോയിന്റ് ആണ് എന്ന് വരികിലും എന്ത് തന്നെ കോണ്ടക്സ്റ്റുവൽ ബേസ് ആണെങ്കിലും ആ ഒരു സംഗതിയെ തരണം ചെയ്യാൻ ഫേസ് ചെയ്യാൻ കോപ്പ് ചെയ്യാൻ സ്ത്രീകളെക്കാൾ കുറച്ചും കൂടിയും ബുദ്ധിമുട്ട് പുരുഷന്മാർക്കാണ് പക്ഷെ ആസ് എ കോമൺ നമ്മൾ സാധാരണ ജനറലി സംസാരിക്കുമ്പോൾ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ എന്നതിന് ഉത്തരമില്ല it depends on how we up the situations the analytical part of the particular events ഇതിനനുസരിച്ച് രീതികളിലെ വ്യത്യാസമുണ്ട് നേരത്തെ കണ്ട ചില രോഗങ്ങൾ മെന്റൽ ഹെൽത്തിനെ തടയുന്ന അല്ലെങ്കിൽ കളയുന്ന ചില രോഗങ്ങൾ അതിന് പ്രിവിലൻസ് കൂടുതലുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മെന്റൽ ഹെൽത്ത് സ്ത്രീകൾക്ക് കുറവോ കൂടുതലോ എന്നില്ല ആണുങ്ങൾക്ക് കൂടുതലോ കുറവോ എന്നില്ല ഇത് ക്ലിയർ ആണെന്ന് തോന്നുന്നു ഈ ഒരു പോയിന്റ് അത് ഒരു സംശയം പക്ഷെ കൂടുതൽ ട്രോമ അല്ല മനസ്സിനിങ്ങനെ സ്ട്രെസ് സ്ട്രെസ് കോസിങ് ഇവന്റ്സ് സ്ത്രീകൾക്കല്ലേ കൂടുതലും ഫേസ് ചെയ്യേണ്ടി വരും നമ്മുടെ ഒരു സമൂഹത്തിന്റെ രീതി അനുസരിച്ച് ആങ്സൈറ്റി ഉണ്ടാകാനുള്ള ചാൻസ് അല്ല സാഹചര്യം സ്ത്രീകൾക്ക് അല്ലേ കൂടുതൽ അങ്ങനെ അങ്ങനെ വരാം അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ ഡോക്ടർ ബയാസ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ അത് പറയാം പക്ഷെ ഹെൽത്തി ആയിട്ടുള്ള സ്ത്രീകളും ഉണ്ട് ആങ്സൈറ്റി കൂടുതലുള്ള ആണുങ്ങളും ഉണ്ട് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ആണ് ആങ്സൈറ്റി കൂടുതലും നമ്മൾ പറയുന്നത് prevalence of the sickness anxiety disorders കൂടുതൽ കാണാൻ സാധ്യതയുള്ളത് സ്ത്രീകളിലാണ് of course right depression symptoms കൂടുതൽ നമ്മൾ പറയുന്നത് രണ്ട് കൂട്ടരിലും കാണുന്നുണ്ട് പക്ഷെ കൂടുതൽ പ്രിവിലൻസ് അല്ലെങ്കിൽ സാധ്യതകൾ ഡിപ്രസീവ് ഡിസോർഡറിലേക്ക് ചാടാനുള്ളത് സ്ത്രീകളിലാണ് അതെല്ലാം ഓക്കെയാണ് അത് വിചാരിച്ച് അല്ലെങ്കിൽ സ്ട്രെസ് സ്ട്രെസ് കൂടുതലും അത് ആണുങ്ങളിലും ഉണ്ട് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ പെണ്ണുങ്ങളിലും ഉണ്ട് നമ്മളെപ്പോഴും മെന്റൽ ഹെൽത്ത് നോക്കുന്നത് ആരോഗ്യം എന്ന് പറയുന്നത് അസുഖം ഇല്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത് അസുഖം ഇല്ലാത്ത അവസ്ഥയാണ് ഇത് അസുഖം പ്രിവിലൻസ് ഉണ്ടെന്നേ ഉള്ളൂ എന്നാൽ ആണുങ്ങൾക്കാണോ അസുഖം കൂടുതൽ പെണ്ണുങ്ങൾക്കാണോ അസുഖം കൂടുതൽ എന്ന് ചോദിച്ചാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പാടാണ് ഇതില് നമുക്ക് കോപ്പ് ചെയ്യാനുള്ള സ്കില്ല് അത് രണ്ടു കൂട്ടർക്കും ഉണ്ട് ഈ ഒരു കോപ്പിംഗ് സ്കില്ല് ഏതിലായിരിക്കും ചിലപ്പോൾ ഫാമിലി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ബോണ്ടിങ് റിലേഷൻഷിപ്പിലെ ആണുങ്ങൾക്ക് കൂടുതലും പെണ്ണുങ്ങൾക്ക് കുറവും അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് കൂടുതൽ ആണുങ്ങൾക്ക് ഇതാണെങ്കിൽ കരിയർ ആൻഡ് ജോബ് ഫീൽഡിനെ ഫേസ് ചെയ്യുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ ആണുങ്ങളായിരിക്കാം ഇതിൽ വാരിയേഷൻസ് ഉണ്ട് അപ്പോൾ ജനറലി സ്പീക്കിംഗ് നമ്മൾ കോമൺ പറയുമ്പോൾ ആണുങ്ങൾക്കാണോ മെന്റൽ ഹെൽത്ത് കൂടുന്നത് പെണ്ണുങ്ങൾക്കാണോ കൂടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ക്ലിയർ കട്ട് ആൻസർ പറയാൻ ആസ് എ ജനറൽ നമ്മൾ പറയുന്നത് ആരോഗ്യകരമായ അവസ്ഥ ആണുങ്ങളിലാണ് കൂടുതൽ അങ്ങനെ പറയാൻ പറ്റില്ല ആരോഗ്യകരമായ അവസ്ഥ പെണ്ണുങ്ങളിലാണ് കൂടുതൽ പറയാൻ പറ്റില്ല കാരണം ഹൗ അവർ കോപ്പിംഗ് സ്കിൽസ് വി ഡെവലപ്ഡ് ചിലപ്പോൾ ആണുങ്ങളെക്കാൾ കൂടുതൽ ആരോഗ്യകരമായ സ്ത്രീകളുണ്ട് അത് അവരുടെ അവർ പഠിച്ചെടുത്ത രീതി ജീവിച്ച രീതി എന്നുള്ളത് എന്നാൽ എല്ലാവരും അങ്ങനെയല്ല ഒരു ക്ലിയർ കട്ട് നോർമൽ ഇതാണ് കൂടുതൽ എന്ന് ജനറലി പറയാൻ പറ്റില്ല പക്ഷെ ചില ഡിസോർഡേഴ്സിനെ വെളിച്ചത്തില് നമുക്ക് പറയാം ഡിപ്രഷൻ കൂടുതൽ ഇവരുടെ ഇടയിലാണ് സൂയിസൈഡ് കൂടുതൽ ഇവരുടെ ഇടയിലാണ് അതല്ലെങ്കിൽ ആങ്സൈറ്റി കൂടുതൽ ഇവരുടെ ഇടയിലാണ് അത് വിചാരിച്ച് മെന്റൽ ഹെൽത്ത് കംപ്ലീറ്റ്ലി കൂടുതൽ നമുക്ക് ആണുങ്ങൾക്കാണ് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കാണ് എന്ന് ഡിഫറൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ക്ലിയർ കട്ട് ഡേറ്റാസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പറയുന്നത് ക്ലിയർ അല്ലേ ക്ലിയർ ആണ് ഇനി നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ഒരു ആശയമാണ് എബ്യൂസ് എന്ന് പറയുന്നത് എബ്യൂസിൽ പലതരം എബ്യൂസുകൾ ഉണ്ട് അതിലെ സെക്ഷൽ ഹറാസ്മെന്റ് ആൻഡ് എബ്യൂസിലാണ് ഈ ടെർമിനോളജികൾ നമുക്ക് പരിചയം ഉണ്ടാകും പെഡോഫീലിയ കുട്ടികളെ യൂസ് ചെയ്യുന്നത് sexual abuse of young children both girls and boys by adults or late adolescence is commonly called paedophilia or paedophilic behaviour ഇതൊരു അസുഖമാണ് ഒരു ഡിസോർഡർ ആണ് സെക്ഷൽ ഡിസോർഡർ ആണ് ഇപ്പൊ sexual disorder D S M ഫോറില് ഡിസോർഡർ ഫോമിലല്ല കിടക്കുന്നത് ഡിവിയൻസിലാണ് കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതൊരു എന്താ പറയുക ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളെ സെക്ഷലി ഉപയോഗിക്കുന്ന അഡൾട്ടിന് ഒരു രോഗത്തിൽ പെടുന്ന ഒന്നാണ് ഇതൊരു സെക്ഷൽ ഹരാസ്മെന്റ് ആണ് അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾ കുട്ടികളെ അതായത് ഏതെങ്കിലും തരത്തില് അബ്യൂസ് ചെയ്യപ്പെട്ട കുട്ടികൾക്ക് പിന്നീടുള്ള വളർച്ചയില് നിങ്ങൾ നോക്കിയാൽ അറിയാം എന്തെങ്കിലും malformation in behaviour cognitive thought അല്ലെങ്കിൽ സെക്ഷൽ ബിഹേവിയർ അല്ലെങ്കിൽ അട്രാക്ഷൻസ് ഇങ്ങനെ തുടങ്ങുന്ന സെൽഫ് എസ്റ്റീം ആ ഒരു സെൽഫ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഇതിലെല്ലാം ഒരു നെഗറ്റിവിറ്റി ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതകളുണ്ട് അപ്പം അതുകൊണ്ട് പാരൻസിൻ്റെ റോളാണ് കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് that is the great responsibility of the parents Uh, the greater responsibility of the teachers, those who are working in the school, because most of the time children are in the school. ഇതിലെ ഈ രണ്ട് സ്ഥലത്തും വെച്ചിട്ടാണ് കുട്ടികൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നതും അതല്ലെങ്കിൽ റോങ് അവർക്കൊരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നത് ഒരിക്കൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ കിട്ടിക്കഴിഞ്ഞാൽ ഷുവർലി നമുക്ക് നിങ്ങൾ കുട്ടികളെ കൗൺസിലിംഗ് നടത്തുന്നുണ്ടെങ്കിൽ അറിയാം അവരതിനാൽ സഫർ ചെയ്യപ്പെടുന്നത് ലൈഫ് ലോങ് ആണ് ചിലരത് എൻജോയ് ചെയ്യുന്നു ചിലർ ഭയപ്പെടുന്നു ചിലർ സെൽഫിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു ചിലത് ചില ബിഹേവിയർ മാനറിസംസ് ഡെവലപ്പ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു ക്യാരക്ടർ ഫോർമേഷന് വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് കുട്ടികളെ വിടാതിരിക്കാൻ മാക്സിമം ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടി കോൺഷ്യസ് ആയിരിക്കുക പാരൻസിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിപ്പിക്കുക അതൊക്കെ നമ്മുടെ റോളിൽ പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി ക്രിസ്തി പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കാരണം ഞാൻ കണ്ടിട്ടുള്ള ഒരു അഡൽട്ട് കേസുകൾ കൂടുതലും ഇപ്പം എന്തെങ്കിലും ഒരു പേഴ്സണാലിറ്റി പ്രോബ്ലംസുമായിട്ട് വരുന്ന കേസുകളിൽ കൂടുതൽ അവരുടെ ഒരു കുട്ടിക്കാലത്തിലേക്ക് ചോദിക്കുമ്പോൾ ഇപ്പം നമ്മളൊക്കെ പറയും ഇപ്പോഴാണ് കൂടുതൽ ചൈൽഡ് അബ്യൂസ് നടക്കുന്നത് എന്ന് പക്ഷെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കണ്ടിട്ടുള്ള കേസുകളിൽ കൂടുതലും അന്നത്തെ പണ്ട് കാലത്തും ഈ പറയുന്ന അബ്യൂസുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു തേർട്ടി ടു ഫിഫ്റ്റി ഏജ് ഉള്ള ആ ഒരു അഡൽട്ടിനെ ബേസ് ചെയ്താണ് ഞാൻ ഇപ്പോൾ ഈ കാര്യം കാര്യം പറയുന്നതും ഷെയർ ചെയ്യുന്നതും അപ്പൊ കൂടുതലും പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്ത അവരുടെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫിസിക്കലോ അല്ലെങ്കിൽ മെന്റലോ ആയി മെന്റലി ആയിട്ടുള്ള ഒരു അബ്യൂസ് അവരുടെ കുട്ടിക്കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു സിസ്റ്റർ പറഞ്ഞ ആ ഒരു പോയിന്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജും അത് കറക്റ്റ് ആണ് എന്നുള്ളതാണ് കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂസ് അത് ഫിസിക്കലി ആകാം അല്ലെങ്കിൽ മെന്റലി ആകാം ആ ഒരു ഇഷ്യൂസുകൾ പിന്നീട് ഒരു പേഴ്സണാലിറ്റി പ്രോബ്ലം ആയിട്ട് മാറാനായിട്ടുള്ള ചാൻസസ് കൂടുതൽ ആണ് എന്നുള്ളത് ഇനി ഇതില് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഇതില് ചെറുപ്പത്തിൽ ഇപ്പൊ അബ്യൂസ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ചൂഷണത്തിന് വിധേയമായി അല്ലെങ്കിൽ യൂസ് ചെയ്തു ഈ ടെർമിനോളജിക്കാണ് അവർ ഉപയോഗിക്കുന്നത് ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യരുത് ഇനി ഇതിൽ ഈ കാലഘട്ടത്തിൽ വരുന്ന ഒരു പ്രത്യേകത പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഒന്നുകിൽ സപ്രസ് ചെയ്യുന്നു അതല്ലെങ്കിൽ ഇതൊരു പ്രശ്നമായിട്ട് കാണുന്നു അല്ലെങ്കിൽ അവരവരാൽ തന്നെ മാനേജ് ചെയ്യാൻ നോക്കുന്നു ആരോടും പറയുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് സെർച്ച് ചെയ്ത് നോക്കുന്നു ഇത് നെറ്റ് മീഡിയ ഇന്ന് വളരെ ഫാസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു യൂസ്ഡ് ഫോമിലേക്ക് മാറ്റി മോറൽ ലൈഫിനെ പോലും ചേഞ്ച് വരുത്താവുന്ന ഒരു പാറ്റേൺ ആയിട്ട് ഇതിനെ ഒരു ഫോം ചെയ്യുന്നു എന്നുള്ളതും പിന്നീട് മാരിറ്റൽ ലൈഫിന് ശേഷവും നമ്മൾ പറയുന്നത് ശരിക്കുള്ള സെക്ഷൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാതെ എന്തായിണോ ഇവര് എൻജോയ് ചെയ്തത് ആ ഒരു സാധനം തന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു മാരിറ്റൽ ലൈഫ് പോലും ചിലപ്പോ ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു അവസ്ഥാ വിശേഷങ്ങൾ ഇന്ന് കോമൺലി കണ്ടുവരുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല ഇന്ന് മാരിറ്റൽ ലൈഫിന് ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ഒന്ന് ദെൻ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒന്ന് എൻജോയ്മെന്റ് അത്രയും അങ്ങോട്ട് പൂർണ്ണമാവില്ല എന്ന് പറയുന്ന വേറൊന്ന് ഇങ്ങനെയൊക്കെയുള്ളത് ചോദിച്ചു പോകുമ്പോൾ അതിന്റെ മാക്സിമം പീക്കിൽ വരെ എൻജോയ്മെന്റ് കഴിഞ്ഞിട്ടാണ് പലതും വരുന്നത് അപ്പൊ ഇതൊരു കണ്ടിന്യൂറ്റി ആകാം ഇനി ചിലത് എക്സ്ട്രീം വയലൻസ് ആണ് എക്സ്ട്രീം ദേഷ്യമാണ് എക്സ്ട്രീം ഭയമാണ് വേദനയാണ് പേടിയാണ് എന്നൊക്കെ പറയുന്ന അതർ കേസസും വരുന്നുണ്ട് ഇനി ഇത് തന്നെ കുറച്ചും കൂടി നമുക്ക് ആണുങ്ങളോടുള്ള വെറുപ്പ് അങ്ങനെയായിട്ടുള്ള ഫോം മാറി വരുന്നുണ്ട് ഈ സെൽഫിനെ തന്നെ നമ്മൾ കുറ്റബോധം അങ്ങനെയുള്ള വേറൊരു സൈഡ് ഉണ്ട് അപ്പൊ മൊത്തത്തില് ഇത് എങ്ങനെയാണ് ബാധിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പൊതുവേ ഇത് എപ്പോഴെങ്കിലും ഇതിനെ ഇരയായിട്ടുണ്ട് എങ്കിൽ ആ ഒരാളുടെ ലൈഫിനെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും നോമ നിങ്ങൾ കോഗനേറ്റീവ് ആകാം അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് ആകാം സോഷ്യൽ ലൈഫ് ആകാം അല്ലെങ്കിൽ അട്രാക്ഷൻ പോയിന്റ്സുകളാകാം അങ്ങനെ ഏതെങ്കിലും പേഴ്സണാലിറ്റി ആകാം ഏതെങ്കിലും ഒരെണ്ണത്തുമേ ഇത് കയറി കയറി പിടിക്കും എന്നുള്ളത് വളരെ വാസ്തവമുള്ള ഒന്നാണ് ആരോ എന്തോ പറയാൻ വന്നായിരുന്നു കണ്ടിന്യൂ ആരെങ്കിലും ഷെയർ ചെയ്യാൻ വന്നായിരുന്നു ഇല്ല ഇനി ഇതിലത്തെ പെഡോഫീലിയ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ ഒന്ന് രണ്ടെണ്ണം കൂടിയാണ് incest incest is and sexual intercourse between relatives among whom the society considers as പാടില്ല എന്ന് സൊസൈറ്റി കാണുന്ന ചില സ്വന്തങ്ങളായിട്ടുള്ള സെക്ഷുവൽ കോണ്ടാക്ട്സുകളാണത് ഈ സെക്ഷുവൽ ഹറാസ്മെന്റ് ഇത് കുറച്ചും കൂടിയും ഒരു കമ്പൽഷൻ ആക്ഷൻ ആണ് നമ്മൾ പറയണത് ഒരു ഫോഴ്സ് ചെയ്തും പ്രഷർ ചെയ്തും ചെയ്യുന്ന രീതികൾ ഈവ് ടീസിങ് നമ്മൾ ബസ്സിലൊക്കെയുള്ള ഞോണ്ടല് പിടിക്കല് തോണ്ടല് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെയുള്ള ഫോമുകൾ നമുക്ക് കാണാം ഇതെല്ലാം ഇതിന്റെ വേറെ വേറെ വകഭേദങ്ങളാണ് മൊലസ്ട്രേഷൻ അത് പൊതുവെ സ്ത്രീകൾ or children unwanted sexual advances or improper sexual acts of or activity rape abuse by women at work workplace at times of men also forced sexual harassment uh, at the hands of female bosses uh, ഇത് ഏതിൽ വേണമെങ്കിലും ഇത് പെടാം ഇങ്ങനെ തുടങ്ങുന്ന സെക്ഷൽ എബ്യൂസസ് നമുക്ക് കോമൺലി ഇന്ന് കാണാവുന്ന ഒന്നാണ് പക്ഷെ പുറത്ത് പറയുന്ന ഇത് വളരെ റയറാണ് പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റഡി ഇവിടെ നിന്ന് റിസർച്ച് ബേസ്ഡ് പോയപ്പോൾ നമ്മള് പുസ്തകത്തിലൊക്കെയാണ് സാധാരണ വായിച്ചിരിക്കുക അല്ലെങ്കിൽ അമേരിക്കൻ ജേണലുകളിലൊക്കെ നോക്കിയ ബീസ്റ്റിയാലിറ്റി എന്ന് പറയുന്ന ഒരു ടേം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണെന്നറിയോ ബീസ്റ്റിയാലിറ്റി ആനിമൽസും ആയിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ട് അപ്പോ സെക്ഷൽ സ്വഭാവങ്ങളാണ് അത് മനുഷ്യരായിട്ടല്ല മൃഗങ്ങളായിട്ടോ പക്ഷിയൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനോട് ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ റിസൾട്ടിൽ അത് എത്തി നിൽക്കുന്നുണ്ട് നമ്മൾ കുട്ടികളുടെ റിസൾട്ടുകളിൽ നിന്ന് വന്നിരിക്കുന്നതാണ് സ്പെഷ്യലി ടീം ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ അതായത് സെക്ഷൽ അബ്യൂസ് അങ്ങനെയുള്ള ഡേറ്റ എടുത്തപ്പോൾ കിട്ടിയ ഒന്നാണ് കണ്ണ് തുറപ്പിക്കുന്നതാണ് കാരണം എവിടെ നിന്ന് നമ്മുടെ കുട്ടികൾ ഇത് പഠിച്ചെടുക്കുന്നു എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് മീഡിയയ്ക്ക് ഇന്ന് ഇൻഫ്ലുവൻസ് ഉണ്ട് പിയർ ഗ്രൂപ്പിന് ഇന്ന് ഇൻഫ്ലുവൻസ് ഉണ്ട് എവിടെന്നാണ് കുട്ടികൾ മെയിൻ ആയിട്ട് ഇന്ന് ഈ ഒരു ആക്ഷനിലേക്കൊക്കെ ചാടുന്നേ എന്ന് ചോദിച്ചാൽ അത് ഇന്ന് നെറ്റിൽ ഹൈലി അവൈലബിൾ ആണ് പ്രൈവസി മാറ്ററേ അല്ല അപ്പോ നമ്മൾ നമ്മുടെ കൊച്ചുങ്ങളുടെ കൈകളിൽ എത്തുന്ന സംഗതികൾ അവരുപയോഗിക്കുന്ന സാധനങ്ങൾ അവരായിരിക്കുന്ന പ്ലേസ് കൂടുതൽ സമയമായിരിക്കുന്ന പ്ലേസസ് ഇതിനെയെല്ലാം ഒബ്സർവ് ചെയ്യാൻ പാരൻസിന് ഹൈ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് കാരണം കുട്ടികൾക്ക് ഇതിന്റെ ഭവിഷ്യത്ത് അന്നറിയില്ല പക്ഷെ ഇതൊരിക്കൽ വീണ് കഴിഞ്ഞാൽ ഇതിന്റെ ഭവിഷ്യത്ത് പ്രലോങ്ങിങ് ആണ് പിന്നീടാണ് ഇതിന്റെ ഭവിഷ്യത്ത് വരിക അത് കുട്ടിക്ക് മാത്രമല്ല കുട്ടിയാകാൻ പോകുന്ന ഫാമിലിക്കും അതിലൂടെ വരുന്ന തലമുറയ്ക്കും ഇതിന്റെ ഇഫക്റ്റ് കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഒരു ഡേഞ്ചറസ് ആണ് ഈ സംഗതി അത് അവെയർ ആക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് കാണുന്ന മേജർ ഇഷ്യൂസിന്റെ ഒരു ഇഷ്യൂയിൽ പെടുന്ന ഒന്നാണ് ഈ പറയുന്ന സെക്സ് ആന്റഗോണിസ്റ്റിക് വ്യൂസ് ഒക്കെ വിടുന്നത് ഇതിന് കുറെ ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് സ്റ്റഡികളൊക്കെ ഉണ്ട് നല്ലതാണ് മോശമാണ് മോശമല്ല നല്ലതാണ് എന്നൊക്കെ പറയുന്നതുണ്ടെങ്കിലും ആർഗ്യുമെന്റ് മാത്രമേ ഉള്ളൂ എന്ത് തന്നെയായാലും ഇതിനെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാം ഒരു പ്രിക്ക് ഓഫ് കോൺഷ്യസ് എന്ന് പറയുന്ന ഒരു സാധനം മനസ്സിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാനും ഇനി ചെയ്യാ ചെയ്യണ്ടാത്ത ആക്ഷൻസ് ചെയ്യാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് പറയുന്ന ഒരു വ്യൂ കുറെ എക്സ്പോഷേഴ്സ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളെല്ലാം പിന്നീട് മാരിറ്റൽ ലൈഫിനെയും കുട്ടികളുടെ ഭാവിയെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിന്റെ abuse effects to the children എന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാം ഇന്ന് ഒത്തിരി കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് പറയുന്നതാണ് കാരണം ഈ ഈ നമ്മളുടെ മീഡിയ അഡിക്ഷൻസ് നമ്മൾ കാണുന്നുണ്ട് ആൽക്കഹോളിക് അഡിക്ഷൻസ് നമ്മൾ കാണുന്നുണ്ട് ഡ്രഗ് അഡിക്ഷൻസ് കാണുന്നുണ്ട് ഇന്ന് കാണുന്ന മറ്റൊന്നാണ് സെക്സ് അഡിക്ഷൻ ഇത് കുട്ടികളിൽ കാണുമ്പോൾ വരുന്ന ഒരു ചിന്ത ഇതെന്തുകൊണ്ട് എന്ന് പറയണത് നമ്മൾ പറയണ ട്വന്റി ഫോർ അവേഴ്സും ലൈവ് എന്ന് പറയാ കണ്ണടയ്ക്കാൻ പറ്റാതിരിക്കുന്ന ഒരു കുട്ടിയെയാണ് കഴിഞ്ഞ ദിവസം നെസ്റ്റിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അവനാകെ പതിനേഴ് വയസ്സ് അങ്ങടെ പ്രായമുള്ളൂ മൂന്ന് നാല് ദിവസമായി കണ്ണടയുന്നില്ല ഉറങ്ങുന്നില്ല അത്രയും കമ്പ്യൂട്ടറിലെ മുൻപില് ഈ പറയുന്ന സാധനങ്ങളിൽ അഡിക്റ്റഡ് ആണ് ഇത് ഓഫാക്കി ഇപ്പൊ കമ്പ്യൂട്ടറിലും ഇല്ലെങ്കിൽ അവന് ഉറക്കം തീരെ കിട്ടുന്നില്ല അത്രയും അഡിക്റ്റഡ് വിഡ്രോവൽ സിംറ്റം അടിക്കുന്നത് ശരിക്കും നമ്മൾ സാധാരണ കാണുന്ന ഒരു ആൽക്കഹോളിക് അഡിക്സിനെ വിഡ്രോ ചെയ്യുമ്പോൾ അടിക്കുന്ന സിംറ്റംസ് തന്നെയാണ് ബോഡി നമ്മളൊരു വിഡ്രോവൽ സിംറ്റം ആയിട്ട് അടിക്കുന്നത് മീഡിയ അഡിക്ഷൻ ആയാലും സെക്സ് അഡിക്ഷൻ ആയാലും ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട് എല്ലാം എഫക്ട് ചെയ്യുന്നത് ബ്രെയിൻ ഏരിയ സെയിം ആണ് അതുകൊണ്ട് ഇതിലേക്ക് കുട്ടികളെ വീഴ്ത്താതിരിക്കാൻ പാരൻസ് ഇനി പാരൻസിന്റെ ഭാഗത്ത് നിന്ന് ഇന്നിന്റെ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വേദനയുണ്ട് പറയാനായിട്ട് കാരണം എന്താന്ന് വെച്ചാൽ സേഫ് അല്ല കുട്ടികളെന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് പറയേണ്ടി വരും ഇത് മോറലാണോ ഇമ്മോറലാണോ ബ്രദറാണോ സിസ്റ്ററാണോ അപ്പനാണോ അമ്മയാണോ മകളാണോ അപ്പ അമ്മായിമ്മയാണോ ഇതൊന്നും ഇന്ന് കൺസെപ്റ്റ്സുകളെ അല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വിശേഷത്തിലേക്ക് കാലഘട്ടം പോയി നിൽക്കുമ്പോൾ morality and what is right and what is wrong ഇത് പഠിപ്പിക്കേണ്ടവരാണ് നമ്മൾ കുറച്ചും കൂടിയും സേഫാക്കേണ്ടവരാണ് ആക്കേണ്ടവരാണ് എന്നുള്ള ഒരു മുൻകരുതല് ഞാൻ തരുന്നു ഇതിലെ ഇതിൽ ഏത് അബ്യൂസ് വന്നാലും ബാധിക്കുന്നത് ഹെൽത്തിനെയാണ് മെന്റൽ ഹെൽത്തിനെ പോലെ തന്നെ physical health behaviour problems impact of quality of attachment in close relationships cognitive abilities ഇവിടെ ഒരു കൊച്ചിനെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു ആ കൊച്ച് ഒരു ഒരു ഒരു സ്ഥലത്തും കംപ്ലീറ്റ് ചെയ്യുന്നില്ല പഠനം കംപ്ലീറ്റ് ചെയ്യില്ല കാരണം ആരുടെയെങ്കിലും കൂടെ അവള് പോകും അത് നമ്മൾ നോക്ക എങ്ങനെ നോക്കി നിന്നാലും അവൾ ആരുടെയെങ്കിലും കാണാൻ നല്ല ദീപ ഭംഗിയുള്ള ഒരു കുട്ടി നമ്മൾ ആര് കണ്ടാലും നോക്കും ചെയ്യും ഇത് ആളിവിടെ കൊണ്ട് നിർത്തിയത് ഒരു മൂന്നാല് സ്ഥലം കഴിഞ്ഞപ്പോ ഒന്ന് നന്നാവാൻ വേണ്ടി കൊണ്ട് നിർത്തിയതാണ് ഇവിടെ ഇവിടെ നിന്നപ്പോ നമ്മൾ എല്ലാ ഫോണും കട്ട് ചെയ്തു ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയോ ഇല്ല അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കുഴപ്പമില്ല എന്നാ ദെൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇലക്ട്രീഷ്യൻ വർക്ക് ചെയ്യാൻ വന്ന് നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല ഇവിടെ എങ്ങനെയാണ് ആ ഇലക്ട്രീഷ്യനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ എന്നുള്ളത് കാരണം ആ ഒരു അട്രാക്ഷൻ ടെൻഡൻസി ഈ കുട്ടിയുടെ ബ്ലഡിൽ കലർന്ന പോലെയാണ് നമുക്ക് കാണുക വെരിഫൈ ചെയ്തു അന്വേഷിച്ചു അസസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചി കൊച്ച് ഉണ്ടായിരിക്കുന്ന കോണ്ടെക്സ്റ്റ് തന്നെ അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണ് ദെൻ കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടി നിസ്സഹായമായി നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും ഞാൻ അറിയണില്ല ഞാൻ വരണത് ഞാൻ എങ്ങനെയാ അവിടെ ഓടിയെത്തണേന്ന് അറിയില്ല ഒരാണവിടെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവൾ അവിടെ എത്തിയിരിക്കും ഇത് ഇവിടെ നിന്ന് ഇപ്പൊ കുറച്ചു നാൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് ഇവിടെ കൈയൊക്കെ മുറിച്ച് ഈ എന്ത് കണ്ട ഇലക്ട്രീഷ്യൻ പിറ്റത്തെ പ്രാവശ്യം വന്നപ്പോ കണ്ടില്ല അല്ലെങ്കിൽ ആള് വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് കൈ മുറിച്ചത് ഇങ്ങനെയുള്ള ബിഹേവിയറൽ രീതികൾ ഇവർ കാണിക്കുന്നു മാക്സിമം ഇവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഇമ്പാക്ട് പേഴ്സണാലിറ്റിയെ ബാധിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് പേഴ്സണാലിറ്റി ഇഷ്യൂ ആയി കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ഇതിന് long term effect to sexual abuse ഉണ്ട് കോഗ്നറ്റീവ് നമ്മുടെ കോൺസെൻട്രേഷൻ പോലെ അടിച്ചു കളയുന്ന ഒന്നാണ് ഈ ഒരു സാധനം ചിലവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല ബ്ലാക്ക് ഔട്ട്സുകൾ വരുന്നു ചിലരെ കാണുമ്പോൾ തല ചുറ്റുന്നു ചിലത് കാണുമ്പോൾ നമുക്ക് പോകാൻ തോന്നുന്നു ഇങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി ഇമ്പാക്റ്റുകളുടെ ബാക്കിയാണ് അബ്യൂസ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന കുട്ടികൾ സ്കൂളിലാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ടീച്ചേഴ്സിന്റെ കടമയാണ് പാരൻസിന്റെ കടമയാണ് തങ്ങളുടെ കുട്ടികൾ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഇല്ലേ എന്ന് ഒന്ന് കോൺഷ്യസ് ആകുക എന്നുള്ളത് നമ്മുടെ ഒരു നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ് effect on the family of the victim effect of sexual abuse is seen on the whole family ഒരു ഒരാൾ സെക്ഷൽ അബ്യൂസിന് വിധേയമായാൽ മൊത്തം ഫാമിലിയെ അത് ബാധിക്കുന്ന ഒന്നാണ് all of the family members of the victim they feel helplessness ashamed guilty and powerless uh, next to topic on elderly abuse physical abuse and psychological abuse with elderly population is becoming a recurrent problem in india also industrialization and urbanization has led to increased materialism in the society which has both positive and negative impact on the people Counselor and family therapist plays an important role to retrieve the mental and social well-being of the offended, offender and the family members. Supportive therapy, supportive therapy is a therapy, uh, psychotherapeutic approach and it integrates psychodynamic, cognitive behavioral and interpersonal concepts theories. സൈക്കോഡൈനാമിക്കിൽ പെടുന്ന തിയറികൾ അല്ലെങ്കിൽ ഡൈനാമിക്കിന്റെ കൺസെപ്റ്റ്സ് എന്താണ് പാസ്റ്റ് ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഫ്രോയിഡിന്റെ മെയിൻ ആശയങ്ങളാണ് അതിൽ വരുന്നത് കോൺഷ്യസ്നെസ് അൺകോൺഷ്യസ്നെസ് സബ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്ന സംഗതി ഈ ഇങ്ങനത്തെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഹിപ്നോതെറപ്പി അതായത് ഇത് പല അഡൾട്ട് ചിൽഡ്രൻ ഓൾഡർ അഡൾട്ട് ഇവർക്ക് ആർക്ക് അബ്യൂസ് വന്നു എന്ന് പറഞ്ഞാലും ഓൾഡർ ചിൽഡ്രൻ ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അവരെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നേ ഇല്ല അങ്ങനെയുള്ള അവസ്ഥയിൽ ആ ഒരു ലൈഫിനെ നമ്മൾ ചെയ്യുന്ന നമ്മൾ വാല്യൂലെസ് ആയിട്ട് കാണുന്ന ഒരു ഇതിനെ ഏത് തെറപ്യൂട്ടിക് ഇന്റർവെൻഷൻസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം സപ്പോർട്ടീവ് സിസ്റ്റം കൊടുക്കുക അവർക്ക് ആവശ്യമായ കെയർ ആൻഡ് കൺസേൺ കൊടുക്കുക എന്നുള്ളതാണ് ഈ തെറപ്പി ഇന്റർവെൻഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതർ തെറപ്പികൾ അവർ സജസ്റ്റ് ചെയ്യുന്നത് parent training cognitive behavioural family therapy ecological approaches to treatment mainly old age and child abuse കേസസിനാണ് trauma focused cognitive behaviour therapy cognitive restructuring with adolescence play therapy play therapy കുട്ടികൾക്കാണ് കൂടുതലും വർക്കാവുക എബ്യൂസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഡിസാസ്റ്ററിൽ കടന്നുപോയ കുട്ടികൾക്ക് പെട്ടെന്ന് എന്താണ് കണ്ടേ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അവര് വരച്ചും എഴുതിയൊക്കെയാണ് അല്ലെങ്കിൽ ക്ലേ വെച്ചിട്ടൊക്കെയാണ് അവർ അവരുടെ റെപ്രസെന്റേഷൻസ് കാണിക്കാം meditation and relaxation techniques yoga therapy yoga therapy നിങ്ങൾക്ക് ഒരു ടോപ്പിക് തന്നെയാണ് then geriatric problems and disorders ഇത് വളരെ കോമൺ ആണ് ഡെമോഗ്രാഫിക് ഏജിങ് ഇത് ഓൾഡ് ഏജ് പീപ്പിൾ അല്ലെങ്കിൽ ഏജ് ആകുന്നവരുടെ മെയിൻ uh, പ്രശ്നങ്ങളും അവരുടെ രീതികളാണ് ഇതിൽ വരിക എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിലെ മെയിൻ പ്രശ്നങ്ങൾ വരുന്നത് ന്യൂറോ സൈക്യാട്രിക് വരാം ഗ്ലോബൽ ബേർഡൺ ഡിസീസസിന്റെ ഭാഗമായിട്ട് വരാം ക്രോണിക് ഫിസിക്കൽ ഇൽനെസിന്റെ ഭാഗമായിട്ട് വരാം മൾട്ടിപ്പിൾ പത്തോളജീസ് ഒക്കെ ഈ കാലഘട്ടത്തില് ഈ ഒരു ഓൾഡ് ഏജ് പീപ്പിളിനെ ബാധിക്കുന്ന ഡിസോർഡർ ആണ് ഏജിങ്ങും മെന്റൽ ഹെൽത്തും തമ്മിൽ ബന്ധമുണ്ട് തീർച്ചയായിട്ടും നല്ല ബന്ധമുണ്ട് ഏജിങ് ആകുമ്പോൾ ഒരു സക്സസ്ഫുൾ ഏജർ ഏജിങ് എന്ന് നിങ്ങൾ ഇൻഡിവിജ്വൽ സൈക്കോ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ കേട്ട് കാണുമായിരിക്കും എങ്ങനെയാണോ ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്ത് പോകുന്നത് അത് പോസിറ്റീവ് ആണെങ്കിൽ മെന്റൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കും ഓൾഡ് ഏജിൽ അതല്ല നമ്മൾ വളരെ വീക്ക് ഒരു പേഴ്സൺ ആണ് സെൽഫ് എസ്റ്റീം കുറവാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഏജ് വരുമ്പോൾ ഒരു ഡിക്ലൈനിങ് സ്റ്റേജ് ആണ് ആ സമയം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെന്റൽ ഹെൽത്ത് ലോ പോകാൻ സാധ്യതകൾ ഏറെ ഉണ്ട് ഒപ്പം തന്നെ കംപ്ലൈൻസ് കൂടാനും നമുക്ക് മെന്റൽ ഹെൽത്ത് പോയി എന്നറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കംപ്ലൈന്റുകൾ കൂടുതലാണ് സ്ട്രെസ് കൂടും മറ്റുള്ളവരെ നമ്മൾ ബ്ലെയിം ചെയ്യും അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളിൽ റെസ്പോൺസിബിലിറ്റി എടുക്കില്ല അപ്പോൾ അതിനോടുള്ള അതിനോട് ബെയർ ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യും അപ്പോൾ ഒരു social isolation loss of spouse ഇതൊക്കെ കാരണങ്ങളാണ് ഏജിങ്ങിന്റെ ഏജിങ്ങിൽ മെന്റൽ ഹെൽത്ത് താഴാനുള്ളത് സാധാരണ കാണുന്ന ഓൾഡ് ഏജ് പീപ്പിളിലെ പ്രധാന പ്രശ്നങ്ങളാണ് ഡിലീറിയം അതൊരു കോൺഷ്യസ്നെസ് ലെവൽ ലോ ആവുന്നതാണ് clouding of consciousness difficulty maintaining of shifting attention disorientation illusion hallucination അങ്ങനെ തുടങ്ങുന്ന കോൺഷ്യസ്നെസ്സിനെ ഡിറ്റീരിയോറേറ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ് ഡിലീറിയത്തിൽ കാണുക പിന്നെ കാണാൻ സാധ്യതയുള്ള മെന്റൽ ഹെൽത്തിനെ ബാധിക്കാൻ സാധ്യത നമ്മൾ അഡൾട്ടിൽ പറഞ്ഞപ്പോൾ പറഞ്ഞ ചില അസുഖങ്ങളുണ്ട് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു ഇത് അഡൾട്ട് ഡിപ്രഷൻ ആണെങ്കിൽ ഇവിടെ ഓൾഡ് ഏജിൽ വരുമ്പോൾ ഓൾഡ് ഏജ് ഡിപ്രഷൻ ആണ് വരിക അവിടെ പറയണത് ആങ്സൈറ്റി ആണെങ്കിൽ ഓൾഡ് ഏജ് പീപ്പിളിലെ ആങ്സൈറ്റി എന്ന് പറയണത് അധികം ഡിസോർഡർ ആയിട്ടല്ല വരിക അത് വേറെ പല അസുഖത്തിന്റെയും ഭാഗമായിട്ട് വരും ഇവരിൽ കാണുന്നതാണ് ഡിലേറിയം ഡിമെൻഷ്യ അൾഷൈമേഴ്സ് അങ്ങനെ പറയുന്ന അസുഖങ്ങളാണ് പൊതുവെ ഓൾഡ് ഏജിന്റെ അസുഖങ്ങളായിട്ട് വരിക ഇതിന്റെ ഭാഗമായിട്ട് മെന്റൽ ഹെൽത്ത് സാധാരണയായിട്ട് താഴാനും സാധ്യതകളുണ്ട് ഡിറ്റർമിനൻസ് ഓഫ് ജെറിയാട്രിക് ഡിപ്രഷൻ നമുക്ക് അതിന്റെ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഡിപ്രഷൻ വരുന്നത് ജനറ്റിക് ഫാക്ടേഴ്സ് ആകാം ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആകാം ഫിസിക്കൽ ഫാക്ടേഴ്സ് ആകാം ശാരീരികമായ അസുഖങ്ങൾ അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഡയബറ്റിക്സ് അങ്ങനെ തുടങ്ങുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യമായി കിട്ടുന്ന ചില അസുഖങ്ങൾ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് സമൂഹത്തിന്റെ നിന്ന് അവഗണന ഒറ്റപ്പെട്ട് നോക്കുന്നില്ല ദെൻ ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി ഇങ്ങനെയൊക്കെ ഡിപ്രഷന് കാരണമാകാം other psychiatric disorder suicidal ideation ഒക്കെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കാവുന്ന ഒന്നാണ് ഇതിൽ ആയിട്ട് ഓൾഡ് ഏജിൽ വേണ്ടത് കെയർ ഗിവേഴ്സിന്റെ സപ്പോർട്ടാണ് അല്ലെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ടാണ് ഇത് വീക്ക് ചെയ്താൽ ഈ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾഡ് ഏജ് പീപ്പിൾ ഉള്ളവരെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ് woman are more likely to be carers than men previously sustained personal assistance carries its own burden the provision of intensive informal care to weak older people can have profound consequences for the care. All caregiver intervention should focus on three in ingredients. One, the information and education, caregiver support, guidance for home based care. ഇത് മൂന്നും വളരെ important. കാര്യമാണ് കാരണം നമ്മൾ ഇവരെങ്ങനെ ടേക്ക് take care അത് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് പിന്നെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഒന്നുകിൽ കെയർ ഗീവറോ അല്ലെങ്കിൽ ഒരു ഫാമിലിയോ വേണം ഇവരെ പുറത്ത് ഒരു ഓൾഡ് ഏജ് ഹോമിലല്ല ടേക്ക് കെയർ ചെയ്യേണ്ടത് ഗൈഡൻസ് കൊടുക്കേണ്ടത് ഒരു ഹോം ബേസ്ഡ് കെയർ ആണ് ഇവർക്ക് എപ്പോഴും നല്ലത് തീരെ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല പക്ഷെ ഓൾഡ് ഏജ് പീപ്പിളിന് എപ്പോഴും വേണ്ടത് ഒരു ഹോം കെയർ പ്രൊട്ടക്ഷൻ ആണ് palliative care and care of old older people വേറൊരു സെറ്റിംഗ് ആണ് community care for older people with mental health problems ഇത് ഈ രണ്ടെണ്ണവും മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ കാരണമാണ് എങ്കിലും വേറെ മാർഗങ്ങൾ ഇല്ലെങ്കിൽ ഇത് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ള മാർഗങ്ങളായിട്ട് വരിക നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് വരുന്നത് yoga therapy mental health and wellbeing ഇത് കുറച്ചും കൂടി പോസിറ്റീവ് അപ്രോച്ച് ആണ് ഒരു ഇന്റർവെൻഷൻ മോഡാണ് യോഗ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഇതിലുണ്ടോ ഞാൻ ചെയ്യാറുള്ള ഒരാളാണ് സിസ്റ്റർ എനിക്ക് ഞാൻ രണ്ടായിരത്തി രണ്ട് തൊട്ട് റെഗുലറായിട്ട് uh, യോഗ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എവിടെ നിന്നാണ് പഠിച്ചത് കാരണം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും മാം മാഡത്തിന് ഹെൽപ്പ് ആവശ്യം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ മാനുവലില് നിങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ എടുക്കുന്നത് യോഗ ഡെയിലി ചെയ്യുന്ന ആളായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ യോഗയുടെ ഇമ്പോർട്ടൻസ് അവരൊന്ന് കൊണ്ടുവരാണ് യോഗ പലതിനും ഗുണം ചെയ്യും അപ്പോൾ എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനത് എന്തുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് എന്താണ് ഈ ഒരു കണ്ടിന്യൂ രണ്ടായിരത്തി രണ്ട് മുതൽ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് റിസൾട്ടാണ് മാഡത്തിൽ ഇത് ഉണ്ടാക്കിയത് ഒരു പോസിറ്റീവ് അപ്രോച്ച് എനിക്ക് പറയുകയാണെങ്കിൽ പല കാര്യങ്ങളെയും ഫേസ് ചെയ്യാനായിട്ട് പൊതുവെ എനിക്ക് ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ അത്ര അങ്ങനെ കുറച്ചൊരു സൈലന്റ് ആയിട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു പൊതുവേ ഇങ്ങനെ ഒരു ആരോടും അങ്ങനെ ഒത്തിരി അങ്ങനെ ഓവർ ടോക്കോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരു പൊതുവെ പിന്നെ കുറച്ചൊരു പേടി കൂടുതലുള്ള ഒരു വ്യക്തി എന്ന് തന്നെ പറയാം അതിനുശേഷം യോഗ ഇങ്ങനെ ഞങ്ങൾ ഞാൻ യോഗ പഠിക്കുന്നത് തന്നെ ഞങ്ങളുടെ കോളേജിൽ യോഗ ഒരു സബ്ജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് അതിനോടൊപ്പം തന്നെ ഒരു യോഗ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നീട് അത് എനിക്കങ്ങ് ഇഷ്ടമായി അങ്ങനെ തന്നെ ഞാനിപ്പോൾ റെഗുലർ ആയിട്ട് ചെയ്തു എനിക്ക് തോന്നുന്നു അതൊരു പോസിറ്റീവായിട്ട് പല കാല പല സമയങ്ങളിലും നമുക്കത് കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു എന്ന് ഏറ്റവും സ്പെഷ്യലായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് പല പലപ്പോഴും പേടി ഉണ്ടായിരുന്നു ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ അതിനുശേഷം കുറച്ച് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ടൂ തൗസൻഡ് നയൻ കാലഘട്ടത്തിൽ കുറച്ച് സമയങ്ങളിൽ ഞാൻ യോഗയൊക്കെ ചെയ്യാതെ കുറച്ച് കാലങ്ങളിലൊക്കെ വിട്ടു തന്നു അത് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഒരു ചെറിയൊരു ഇത് ഇപ്പോൾ ഡ്രൈവ് ചെയ്യാനായിട്ട് എനിക്ക് തീരെ പറ്റി പറ്റുന്നേ ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ യോഗ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഗെയിൻ ചെയ്തു പോസിറ്റീവ് അപ്രോച്ചായിട്ട് അത് മാത്രമല്ല നമ്മളെ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഹെൽപ്ഫുൾ ആണെന്ന് പറയാം ഫിസിക്കൽ മെന്റൽ ആൻഡ് സോഷ്യൽ അത് മാത്രമല്ല ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിനും അത് യൂസ് ചെയ്യാനായിട്ട് കോൺസെൻട്രേഷൻ ഞങ്ങൾക്ക് ഞങ്ങൾ പഠിച്ച സമയത്ത് ത്രാടക് എന്ന് പറഞ്ഞൊരു ആശയം ഞങ്ങൾക്ക് ഈ യോഗ സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാ എക്സാമിനും ഒരു വൺ മന്ത് ഈ ഒരു ത്രാടക് ചെയ്യിപ്പിക്കുമായിരുന്നു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അതിൽ നോക്കി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡായിരുന്നു പക്ഷെ അന്നൊക്കെ അത് നമ്മൾ നമ്മൾ ഞാൻ ഇവിടെ അല്ല പഠിച്ചത് ഞാൻ ഇൻഡോർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എന്നൊക്കെ പറയുന്നത് എനിക്ക് എനിക്ക് ഭയങ്കര ന്യൂ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു അത് കഴിഞ്ഞ് പക്ഷെ ഇവിടെ വന്നത് നമുക്ക് നമ്മുടെ എടുത്തു വരുന്ന ക്ലയൻസിലും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പൊ ഗ്രൂപ്പ് തെറാപ്പിയിലാണെങ്കിൽ കുട്ടികളിലൊക്കെ ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്തപ്പോൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അവരുടെ ഭാഗത്തു നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ക്ലയൻസിലും അത് യൂസ് ചെയ്യാനായിട്ട് ഗുഡ് ആണെന്ന് തോന്നുന്നു okay very good thank you ma'am തീർച്ചയായിട്ടും ഒരു ഇന്റഗ്രൽ വളർച്ചയ്ക്ക് ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ലാസ്റ്റ് ടോപ്പിക് ആണിത് ഇവരൊരു ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർവെൻഷൻ നിങ്ങളെ ഒന്ന് പഠിപ്പിക്കുകയാണ് യോഗ തെറപ്പിയിലൂടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പോയാൽ ഡീറ്റെയിൽഡ് വേയിൽ അവർ ഓരോ ആസന പറഞ്ഞു തരുന്നുണ്ട് ഇതിൽ ഒരു കോൺസെൻട്രേഷൻ ലെവലില് brain functioning memory physical health mental health psychological health ഇതിനെ ടോട്ടലി ബാധിക്കാൻ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു തെറപ്യൂട്ടിക്കൽ അപ്രോച്ചാണ് യോഗ യോഗയുടെ ഓരോ മെത്തേഡും ഓരോന്നാണ് അതിനനുസരിച്ച് ഏതാണ് നമുക്കിപ്പോൾ കോൺസെൻട്രേഷൻ ആണ് വേണ്ടതെങ്കിൽ ആ മോഡിലുള്ള യോഗകൾ കൂടുതൽ ചെയ്താൽ നമുക്ക് ബ്രെയിൻ എൻഹാൻസ്മെന്റ് ആണ് മെമ്മറി എൻഹാൻസ്മെന്റ് ആണ് കോൺസെൻട്രേഷൻ ഡെവലപ്മെന്റ് ആണ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ലെങ്ത് കൂട്ടാനൊക്കെ നമുക്കത് പറ്റും ഇനി ഫിസിക്കലി നമ്മൾ ശ്രദ്ധിക്കുന്ന ചില പോയിന്റ്സുകളാണെങ്കിൽ അങ്ങനെ മെന്റൽ കപ്പാസിറ്റി കൂട്ടാനുള്ളതാണെങ്കിൽ അങ്ങനെ അതിന്റെ ഓരോന്നിനും വ്യത്യാസങ്ങളുണ്ട് നിങ്ങൾ നിങ്ങൾക്കൊരു പ്രാക്ടിക്കലിൽ തന്നെ ഒരു പ്രാക്ടിക്കൽ കിടക്കുന്നത് യോഗ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് അല്ലെങ്കിൽ ഡെയിലി ചെയ്യുന്നവർ അപ്പൊ നിങ്ങൾക്ക് അവരുടെ രീതികൾ കേൾക്കുമ്പോൾ മനസ്സിലാവും കാരണം എന്താന്ന് വെച്ചാല് ഇതിന് ഇതിൻ്റെതായ സയന്റിഫിക് ഇംപ്ലിക്കേഷൻസ് ബോഡിക്കും മൈൻഡിനും ഹെൽത്തിനും ദെൻ സോഷ്യൽ ഇൻവോൾവ്മെന്റിനും ബാധിക്കുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യും അതുകൊണ്ടാണ് ലാസ്റ്റ് ചാപ്റ്റർ ഇതൊരു മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആണ് വെൽബീങ് റിലേറ്റഡ് ആണ് in most of the definitions of yoga it can be seen that importance is given to positive mental health this shows yoga has a role in modifying brain functions WHO defines health as not merely an absence of disease, but as a state of physical, mental, emotional and spiritual well-being. നമുക്ക് അസുഖമില്ലാത്ത അവസ്ഥ മാത്രമല്ല ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് physically mentally emotionally spiritually wellbeing ആയിരിക്കുന്ന ഒരു സുസ്ഥിതിയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയും കൂടി നമുക്ക് അസുഖമില്ല എന്നുള്ളതല്ല നമുക്കൊരു സുസ്ഥിതി നിറഞ്ഞ ഒരു അവസ്ഥയും കൂടി ആണെങ്കിലാണ് ഒരാള് മെന്റലി ഹെൽത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് causes of disease according to yoga ഇതിന്റെ ചില ടെർമിനോളജി എനിക്ക് വായിക്കാൻ അത്ര ഞാൻ അത്രയും അങ്ങോട്ട് യോഗ പ്രാക്ടീഷണർ അല്ല അല്ലെങ്കിൽ ഇത് പഠിച്ച ആളല്ല അപ്പൊ ഇതിൽ ഇതിന്റെ ചില ടെർമിനോളജി സാൻസ്ക്രിറ്റ് ആണ് ആ സാൻസ്ക്രിറ്റ് നിങ്ങൾക്ക് പുസ്തകത്തിൽ നോക്കുമ്പോൾ മനസ്സിലാകും വഷിസ്ത വഷിസ്ത ഒരു ഒരു പ്രത്യേക രീതി ആയിരിക്കാം ഇതിൽ അവർ എക്സ്പ്ലനേഷൻസ് ഓരോന്നിനും കൊടുക്കുന്നുണ്ട് in yoga Vasistha given emphasise on cause of sorrow is only attachment to worldly life. Mental affections and physical diseases are the two causes of suffering. Relief from them would be happiness and their termination is called liberation. ഇതൊരു യോഗയുടെ ഒരു ഐഡിയ ആണ് ഒരു നമ്മളിപ്പോ ഒരു ആശയം വരുമ്പോ ഒരു ഒരു തിയറി വരണമെങ്കിൽ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് പറയണത് പോലെ ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് അതുകൊണ്ട് മെന്റൽ എഫ്ലിക്ഷൻ അല്ലെങ്കിൽ mental disturbances is cause for the physical disease അപ്പൊ മനസ്സും ശരീരവും നമ്മൾ ഒരു പുതിയ ഇപ്പോഴത്തെ ഒരു ടോപ്പിക്കാണ് സൈക്കോ ന്യൂറോ ഇമ്യൂണോളജി അതായത് മൈൻഡ് ആൻഡ് ബോഡി കണക്റ്റഡ് ആണ് അപ്പൊ നമുക്ക് മൈൻഡിന് സുഖം ഉണ്ടെങ്കിൽ ബോഡിക്ക് സുഖം ഉണ്ടാവും ബോഡിക്ക് സുഖം ഉണ്ടെങ്കിൽ മൈൻഡിന് സുഖം ഉണ്ടാവും ബോഡിയിൽ അസുഖങ്ങൾ വലതും നീക്കിയാൽ മൈൻഡ് കംഫർട്ടബിൾ ആണ് മൈൻഡ് വളരെ ഹാപ്പി ആണെങ്കിൽ ബോഡിയിലെ പല അസുഖങ്ങളും മാറും ഇത് ഇന്റർ കണക്റ്റഡ് ആണ് എന്നുള്ള ആശയം യോഗ ഒന്ന് പ്രസന്റ് ചെയ്യുന്നതാണ് ഇവിടെ അപ്പൊ ഒരു മൈൻഡിന്റെ ലിബറേഷൻ ഫിസിക്കൽ ഡിസീസസിന്റെ ലിബറേഷൻ അങ്ങനെ നമുക്കൊരു ഫുള്ളി ഹെൽത്തി പേഴ്സൺ എന്നുള്ളതാണ് ഇവരുടെ ഒരു ആശയം മനസ്സിലായി എന്ന് തോന്നുന്നു കാര്യം മനസ്സിലായില്ലേ okay causes of diseases according to Patanjali Yoga Sutras Patanjali who is known as the father of yoga describe the obstacles in the path of attaining a state of sound mental health ആളുടെ ഒരു അഭിപ്രായം അനുസരിച്ച് നമുക്കൊരു നല്ല മെന്റൽ ഹെൽത്ത് സ്റ്റേറ്റിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെ നമ്മൾ യോഗ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് these obstacles are disease lack of interest doubt indecisions carelessness sensation etcetera ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊരു ഒബ്സ്റ്റക്കിൾ ആണ് ഒരാളെ നമ്മൾക്ക് ഒരു മെന്റൽ നല്ല നല്ലൊരു മെന്റൽ ഹെൽത്തിന് തടയുന്ന ഘടകങ്ങളാണ് എന്നാണ് പതാഞ്ജലി ഇതിൽ പറയുന്നത് ഇനി there are five types of kleshas which disturb the equilibrium state of consciousness they are avidya ignorance ego ഇത് ഞാൻ ഡീറ്റെയിൽസിൽ പോകുന്നില്ല നിങ്ങളൊന്ന് വായിച്ചു മനസ്സിലാക്കുക കാരണം ഇവരുടെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് മൈൻഡ് ആൻഡ് ബോഡി നല്ലൊരു നല്ലൊരു ടേമിൽ ഇരുന്നാൽ അല്ലെങ്കിൽ ഈവൺ മൈൻഡ് നല്ല ടേമിൽ ഇരുന്നാൽ ബോഡി നന്നായിരിക്കും ബോഡി നല്ല ടേമിൽ ഇരുന്നാൽ മൈൻഡ് നന്നായിരിക്കും അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടി കണക്ട് ചെയ്യുന്ന നല്ലൊരു ഇത് വന്നാൽ സൗണ്ട് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഒരു healthy person mentally healthy person ആകും എന്നുള്ള പതാഞ്ജലിയുടെ ഡിസ്ക്രിപ്ഷൻസ് ആണ് ഇവിടെ പറയുക അത് ഓരോന്നും അവരുടെ സാൻസ്ക്രീറ്റ് ടേം ഉപയോഗിച്ച് അവരവിടെ അവതരിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ how stress build up according to Bhagavad Gita ഇതിന് ഒരു ഇന്ത്യൻ ഒറിജിൻ ഉള്ളത് കൊണ്ടാണ് ഇവര് പതാഞ്ജലിയുടെയും ഭഗവത്ഗീതയുടെയും മനുസ്മൃതിയുടെ ഒക്കെ വെളിച്ചത്തിലാണ് ഈ ഒരു യോഗ ഇന്ത്യൻ ഒറിജിൻ ആണെന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു സംഗതിനെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് contemplating the objects of the senses നമുക്ക് സ്ട്രെസ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അഞ്ച് സെൻസസിലൂടെയാണ് person develops attachment from them and from such attachment lust develops അത് നമുക്ക് ഏകദേശം അറിയാം എങ്ങനെയാണ് ലസ്റ്റ് വരുന്നത് നമ്മൾ അഞ്ച് സെൻസസിൽ കൂടെ സാധനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നു ആ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനൊരു ആഗ്രഹമായി ആഗ്രഹം ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് ആയി ദേഷ്യമായി അറൈസസ് ആയി അത് നമ്മുടെ ഇക്ലിബ്രിയം അല്ലെങ്കിൽ നമ്മുടെ ഹോമിയോസ്റ്റാസിസിനെ ബാധിക്കുന്നു അത് പിന്നീട് നമ്മുടെ ഒന്നിങ്ങനെ നെഗറ്റിവിറ്റി ആയിട്ട് പുറത്തു വരുന്നു അതിന് ഭഗവത്ഗീത ഇട്ട പേരാണ് സ്ട്രെസ് ബിൽഡ് അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സംഗതി ഇത് തന്നെയാണ് നമ്മുടെ ടേമും പറയുന്നത് ഹൗ സ്ട്രെസ് ക്യാൻ ഓവർകം ഇതിനെങ്ങനെയാണ് overcome action of relaxation work without stress നമ്മൾ സ്ട്രെസ് ചെയ്യുമ്പോൾ സ്ട്രെസ് ഇല്ലാതെ വർക്ക് ചെയ്യുക അപ്പൊ നമുക്ക് അതിന് റിലാക്സേഷൻ മോഡുകൾ ഉണ്ട് discard all attachment to success or failure and suggest uh, equanimity is called uh, yoga in Bhagavad Gita. Developing happiness in within നമ്മുടെ ഉള്ളിൽ തന്നെ ഹാപ്പിനെസ് ഉണ്ടാക്കുക ഇതിനോടൊക്കെ ഒരു ഡിസ്കാർഡ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു അറ്റാച്ച് ഇങ്ങനെയുള്ള എല്ലാ നമ്മുടെ കളക്ട് ചെയ്യുന്ന സാധനങ്ങളെയും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വിടാനുള്ള ഒരു റിലാക്സേഷൻ ആക്ഷൻ കണ്ടെത്തുക അങ്ങ് അതിലൂടെ ഒരു മെയിൻ്റനൻസ് ഫോം വരിക അതാണ് നമ്മൾ യോഗയിലൂടെ ചെയ്യുന്നത് യോഗ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ ബോഡിയുടെ ഹോമിയോസ്റ്റാറ്റിസ് റെസിസ്റ്റൻസ് പവർ കൂട്ടാൻ ബിഹേവിയർ പാറ്റേണിൽ ചേഞ്ച് വരുത്താൻ മനോഭാവങ്ങളിൽ വ്യത്യാസം വരുത്താൻ ലൈഫ് സ്റ്റൈലുകളിൽ മാറ്റം വരുത്താൻ മറ്റുള്ള നമുക്കും മറ്റുള്ളവർക്കും അതൊരു ബെനിഫിറ്റ് ആയിട്ട് മാറാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ് യോഗ സഹായിക്കുന്നത് techniques of integrated approach of yoga therapy yoga therapy is a branch of science which deals with the yoga techniques for the treatment of different diseases The basis of yoga therapy is Panja, Panjakosha theory. ഇതിന്റെ ഭാഗമായിട്ടാണ് യോഗ വരുന്നത് ഞാൻ എനിക്ക് യോഗയുടെ അധികം ഡീറ്റെയിൽസിനെ കുറിച്ചിട്ട് അറിയില്ല അപ്പൊ നിങ്ങളൊന്ന് വായിക്കുക പുസ്തകം കാരണം എന്താന്ന് വെച്ചാൽ യോഗ അതിനാൽ തന്നെ ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ് ഓരോ ആസനങ്ങൾക്കും ഓരോ ഡിസീസിനെ ഡീൽ ചെയ്യാനുള്ളതുണ്ട് ഓരോ ആസനത്തിനും അതിൻ്റെതായ സാൻസ്ക്രിറ്റ് നെയ്മുണ്ട് ഇനി സൂര്യ സൂര്യാസന പഞ്ചാക്ഷന അങ്ങനെ പറയുന്ന ഓരോ പേരുകളുണ്ട് ഇതിലെ ഓരോന്നിനും ഓരോ ടൈപ്പാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ പോകാം ഇത് psychological and spiritual and mental ബാലൻസിനും ഹോമിയോസ്റ്റാസിസിനും ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് ഈ ഒരു ഇതൊരു ബ്രാഞ്ച് ഓഫ് സയൻസ് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് അപ്പൊ അതിന് അതിൻ്റെതായ തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ് അതാണ് ഇവരിവിടെ എക്സ്പ്ലെയിൻ നോക്ക ചെയ്യാൻ നോക്കുന്നത് yoga therapy practices according to pancha panchakosha annamaya kosha practices it's something so something difficult. Pranayama <laughs> നമുക്ക് ചിലതൊക്കെ മനസ്സിലാവുന്നത് അതാണ് മനോമായ പ്രാക്ടീസസ് വിജ്ഞായമായ കോശ പ്രാക്ടീസസ് അനന്തമായ കോശ പ്രാക്ടീസസ് ഇത് ഓരോന്നും ഓരോന്നാണ് ഇത് ഈ സംഗതികൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷെ the importance of yoga for mental health അല്ലെങ്കിൽ അതിന്റെ വെൽബീയിങ് ഈ ഒരു സാധനം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന്റെ ഓരോ ടെർമിനോളജി അല്ലെങ്കിൽ ഇതിന്റെ ഓരോ ഇതെന്താണ് ഇത് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ല ഇത് ഇവരെ വളരെ ഡീറ്റെയിൽഡ് വേയിൽ ഈ ഓരോ സാധനവും വളരെ ഡീറ്റെയിൽഡ് വേയിൽ ഇതിൽ നിങ്ങൾ വായിച്ചാൽ അറിയാം ഒന്ന് ഡയറ്റിങ്ങിന് അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ഇനി അതല്ലെങ്കിൽ spiritual enhancement improving the happiness and concentration അതാണ് നാലാമത്തെ അങ്ങനെയുള്ള ഓരോന്നിനും പറ്റുന്ന രീതിയിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആരെങ്കിലും മാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏതെങ്കിലും ഒന്ന് ഇപ്പൊ നമ്മൾ പറയുന്നത് സൂര്യയാമ സൂര്യ അല്ലെങ്കിൽ പ്രാണായാമ പ്രാണായാമ പ്രാണായാമ മെയിനായിട്ട് ബ്രീതിങ് എക്സസൈസ് ആണ് inhale slowly exhale slowly Uh, then um, count down 1, 2, 3, 4, 5, 10. Then count back for 10 to 1. Uh, ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജർ എന്ന് എനിക്ക് തോന്നുന്നു uh, ആ ഒരു പ്രൊസീജർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് automatically breathing inhaling and exhaling ചെയ്യുന്നതോടുകൂടി ലങ്സ് പൾപിറ്റേഷൻ ഇതെല്ലാം ഓക്കെ ആകുന്നു ഒപ്പം തന്നെ നമ്മൾ സ്ലോലി കോൺസെൻട്രേഷൻ സ്കില്ല് കൂടുന്നു മെമ്മറി കൂടുന്നു ഇതാണ് അവരുടെ ഒരു ഒബ്സർവേഷൻ ഒരു ലേണിംഗ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നു നമ്മൾ തന്നെ ഒരു നമ്മളൊരു കോൺഷ്യസ് ലെവലിൽ നോക്കുമ്പോൾ അനാവശ്യമായ ഡിസ്റ്റർബിംഗ് തോട്ട്സുകൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ വരും ഇത് ഒരു പ്രാണമായ അല്ലെങ്കിൽ പ്രാണായാമ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസസ് കൊണ്ട് കിട്ടുന്നതാണ് ഇങ്ങനെ ഇതിനൊരു പത്ത് നാൽപ്പത്തിരണ്ട് പ്രാക്ടീസസ് ഉണ്ട് ഇതിലെ എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ഇതിങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുകയും യോഗ മെന്റൽ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതും ഇത് ബോഡി മൈൻഡ് സോൾ എന്ന് പറയുന്ന ആശയത്തിനെ ഒരു ബാലൻസ്ഡ് വേയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എനി ഡൗട്ട്സ് ഈ പ്രാണായാമന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് നമുക്കറിയാം നമുക്ക് ദേഷ്യം വന്നാൽ നമ്മുടെ ശ്വാസോച്ഛ്വാസം ഭയങ്കര കൂടും അല്ലേ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രാണായാമം പറയുന്ന ഇത് കൺട്രോൾ ഓഫ് അവർ നമ്മുടെ ശ്വാസത്തിന്റെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് കുറെ സ്റ്റേജുകൾ പറയുന്നുണ്ട് യാമ നിമ ധർമ്മ മോ ഈ ധ്യാനവും ധർമ്മവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഇരുന്ന് ഒരു സ്റ്റാച്യുവിനെ നമ്മൾ ധ്യാനിക്കുകയാണ് അപ്പോൾ അതിന്റെ സ്റ്റേജുകൾ വരുന്നത് നമ്മൾ ആ സ്റ്റാച്യൂലുള്ള എല്ലാ ഗുണങ്ങളും നന്മകളും അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്ന ഒരാളുടെ ഇപ്പൊ നമ്മൾ ശിവനെ ആയാലും ശ്രീകൃഷ്ണനെ ആയാലും ഈശോയെ ആയാലും ആരെയായാലും ആരുടെ ഗുണങ്ങളാണ് അത് നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റവും അവസാനത്തെ പോകുന്ന ധ്യാന എന്ന് പറഞ്ഞ പോകാനാണ് അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റും ഒബ്ജക്റ്റും അതായത് ധ്യാനിക്കുന്ന ഒരാളും ധ്യാനപ്പെടുന്ന ആ ഒബ്ജക്റ്റും തമ്മിൽ വളരെ അത് മിങ്കിൾ ചെയ്യപ്പെടുന്നു അത് ധ്യാനിക്കുന്ന ഒരാളായി നമ്മൾ മാറുന്നു അതാണ് ഏറ്റവും അവസാനത്തെ ധ്യാനം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് പോയിന്റ് ഉണ്ടെന്ന് അങ്ങനെ എട്ട് സ്റ്റേജുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു യോഗിയായിട്ട് മാറുന്നത് അതാണ് ഈ സാർ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ ഒരു നല്ല മെത്തേഡാന്ന് പറയുന്നു കാരണം കോൺസെൻട്രേഷൻ ആണ് സെൽഫ് റെഗുലേഷൻ ആണ് ഒരു പരിധിവരെ പോസിറ്റിവിറ്റി എൻഹാൻസ്മെന്റ് ആണ് പ്രാണായാമ എന്നാണ് കേൾക്കുന്നത് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല പ്രാക്ടീസ് ചെയ്യുന്നവരുടെ ഒപ്പീനിയൻസ് എടുക്കുന്നതാണ് നല്ലൊരു പ്രാക്ടീസ് ചെയ്യാന്ന ചെയ്യുന്നതാണെന്നാണ് കേൾക്കുന്നത് ഞാനൊരു ഇത് പറയാം നമ്മളൊരു ഞാൻ പെരിനേറ്റർ സൈക്കോളജിയിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ പെരിനേറ്റർ സൈക്കോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾ കുറച്ച് സ്റ്റഡീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും അതിന്റെ ഭാഗമായിട്ട് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമാണ് ഈ ഒരു പെരിനേറ്റർ സൈക്കോളജി എന്നുള്ള ഒരു അപ്രോച്ചിന് വേണ്ടിയിട്ട് അവര് ഇന്ത്യൻ ഇതാണ് കൂടുതലും ഇത് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളെ ഇവിടെ പോലും പലർക്കും അറിയില്ല ഈ ഒരു കൺസെപ്റ്റ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പക്ഷെ അത് ഇന്ത്യയിൽ നിന്നാണ് അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നാ അപ്പൊ അവര് പറയുന്നത് നമുക്ക് ഈ ഒരു അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തൊട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രാക്ടീസ് അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ മൈൻഡ്ഫുൾനെസ് തെറാപ്പി ഉയർന്നു വന്നിരിക്കുന്നത് ആശയങ്ങൾ ചില കാര്യങ്ങൾ അതിനകത്ത് സെയിം എന്നുള്ള രീതിയിൽ എല്ലാം ഒന്നാണെന്നല്ല പറയുന്നത് സെയിം അത് എന്നല്ല പറയുന്നത് എങ്കിൽ പോലും ഇതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസുകളൊക്കെ ഉടലെടുത്തിട്ടുള്ള ഈ ഒരു മൈൻഡ്ഫുൾനെസ് തെറാപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഇവിടുത്തെ ഈ ഒരു ഇന്ത്യൻ കൺസെപ്റ്റ് അവർ അപ്രോച്ച് ചെയ്തതാണ് എന്നാണ് അവര് പറഞ്ഞൊരു ഇതാണ് ഈ ഒരു ഓർഗനൈസേഷൻ എനിക്ക് തോന്നുന്നു ഒരു അമ്പത് വർഷം പഴയ ഒരു ഓർഗനൈസേഷൻ ആണ് പെരിനേറ്റർ സൈക്കോളജി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് അപ്പൊ അവര് പറഞ്ഞതാണ് ഇന്ത്യയിൽ നിന്നാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അവര് എടുത്തതെന്ന് തന്നെ വെരി ഗുഡ് അത് കറക്റ്റ് ആണ് മൈൻഡ്ഫുൾനെസിന്റെ ഒരു ഫോക്കസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ദ പ്രസന്റ് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ നമ്മളിപ്പോൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ടി വിയിലേക്ക് നോക്കുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിക്കുന്നു അതല്ല ഒരു വറ്റ് വായയിൽ വീഴുമ്പോൾ അത് സെൻസ് ചെയ്യുന്നു ഇത് വറ്റാണ് അല്ലെങ്കിൽ ഒരു ചോറാണ് അതിന്റെ ടേസ്റ്റ് എന്താണ് അതിന്റെ സ്മെല്ല് എന്താണ് അങ്ങനെ അങ്ങനെ അവെയർ ആകുന്ന അവെയർനെസ് തെറപ്പിയാണ് മൈൻഡ്ഫുൾനെസ് ആ സാധനം ഇൻസൈറ്റ്ഫുൾ ആണ് ഒപ്പം തന്നെ പ്രസന്റ് മൂമെന്റ് ആണ് ഇതും യോഗയിലും വരുന്നത് അത് തന്നെയാണ് be aware be conscious be insightful then നമ്മൾ പറയണം നമ്മുടേതായ ഒരു നല്ലൊരു ഇൻസൈറ്റിലേക്ക് എത്തുക നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല ഈ ഒരു പ്രാക്ടീസിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ആക്ച്വലി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അത് വളരെ നല്ലതാണ് ബോഡിക്കും വളരെ ഫ്ലെക്സിബിലിറ്റിക്ക് നല്ല ഒരു സംഗതിയാണ് യോഗ പ്രാക്ടീസ് ഇൻസ്പയർ ആകുന്നവർക്ക് കണ്ടിന്യൂ ചെയ്യാം യോഗ നമുക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ യോഗ പ്രാക്ടീസ് കാണാൻ പറ്റുമേ ഇന്ന് ട്രെയിനിങ്ങുകൾ ഉണ്ട് ചിലരൊക്കെ നെറ്റിൽ നോക്കി ഞാൻ കുറച്ച് നാളൊക്കെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു നെറ്റിൽ നോക്കിയാൽ നമുക്ക് അതിന്റെ ചെയ്യാനുള്ള ചില മോഡലുകളൊക്കെ അവർ കാണിക്കുന്നുണ്ട് തുടക്കത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും സ്ഥിരമായിട്ട് ചെയ്തു വരുന്നുണ്ടെങ്കിൽ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ബോഡി ഫ്ലെക്സിബിലിറ്റി വളരെ നല്ലതാണ് കോൺഷ്യസ്നെസ്സിന് വളരെ നല്ലതാണ് കോൺസെൻട്രേഷന് വളരെ നല്ലതാണ് എനിക്ക് ഫീൽ ചെയ്തത് അതൊക്കെ തന്നെയാണ് പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയാണ് ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് ആഫ്റ്റർ ഓൾ നമ്മൾ യോഗ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബോഡി നന്നായി ഫ്ലെക്സിബിൾ ആകും ഇപ്പോ എന്റെ ശരീരം കണ്ടിട്ടുണ്ടെങ്കിൽ പറയല എന്റെ ബോഡി ഇത്രയും ഫ്ലെക്സിബിൾ ആണെന്ന് ഇത് നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും ഉണ്ടാകും ഓട്ടോമാറ്റിക്കലി കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മളുടെ പേഴ്സണൽ സെൽഫ് അവയർനെസിനും ഹെൽപ്പ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് അസുഖങ്ങളൊക്കെ കുറെ അതുകൊണ്ടാണ് ബോഡി ക്ലിയർ ആയാൽ മൈൻഡ് ക്ലിയർ ആണെന്ന് പറഞ്ഞ ഒരു ആശയമാണ് ഇവരുടെ അപ്പോ നമുക്ക് ബോഡി ഒരുവിധം ഓക്കെ ആണെങ്കിൽ മൈൻഡിന് നന്നായിട്ട് ചിന്തിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ബോഡിയെ ഫ്ലെക്സിബിൾ ആക്കുന്നു മൈൻഡ് കുറച്ചും കൂടി തോട്ട്ഫുൾ ആയി കഴിഞ്ഞാൽ ഒരു ഒരു കുറച്ചും കൂടി പ്ലസന്റ് തോട്ടുകൾ നമ്മുടെ ഉള്ളിൽ വരും എന്നുള്ളതാണ് okay that end my topic here നമ്മൾ പ്രാക്ടിക്കൽസ് ആണ് പ്രാക്ടിക്കൽസ് നിങ്ങൾക്ക് ഡേറ്റ് തരും എന്നാന്നുള്ളത് എന്തായാലും ഇൻഡിവിജ്വലി നിങ്ങളെ കാണണമെന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് ചെയ്യാമെന്നൊക്കെ ആയിരുന്നു അപ്പൊ അത് മാറിയിട്ടുണ്ട് കൊറോണ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈനിൽ തന്നെ പ്രാക്ടിക്കൽസ് മീറ്റ് ചെയ്യും അധികം ഡിലേ ആക്കാതെ നമുക്ക് എഴുതാൻ നോക്കാം നിങ്ങൾ ഈ മാനുവലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും കാരണം കുറച്ച് ഇന്റർവ്യൂ രീതികളൊക്കെ ഉണ്ട് അത് ഫോൺ വഴി ആയാലും നിങ്ങൾക്ക് നടത്താം എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് കൊറോണ സീസൺ ആയതുകൊണ്ട് തന്നെ എക്സംഷൻസ് ഉണ്ട് അത് നന്നായിട്ട് യൂസ് ചെയ്യുക എല്ലാ പ്രാക്ടിക്കൽസും വേണമെന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അപ്പൊ അതൊരു നല്ലൊരു അനുഭൂതിയാണ് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക മതിയോ എന്തോ ഈ അഞ്ചെണ്ണത്തിലെ അഞ്ച് നമുക്ക് അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ആയത് ഈ പ്രാവശ്യം അത് തന്നെയാണെന്നാണ് ഞാൻ കേട്ടത് അങ്ങനെ തന്നെയാണെന്നാണ് കേട്ടത് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് വന്നായിരുന്നോ അഞ്ചിൽ മൂന്നെന്നാണ് ഞങ്ങൾ കേട്ടത് ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ അതെ അങ്ങനെ തന്നെയാണ് സൈറ്റിൽ എടുക്കണത് എനി ത്രീ എന്നാ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ എനി ത്രീ എന്നേ ഉള്ളൂ അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് അതൊരു ആനുകൂല്യമാണ് കാരണം അത്രയും കുറച്ച് ചെയ്താൽ മതി പക്ഷെ നല്ലതാണ് കാരണം പ്രാക്ടിക്കൽസിൽ നിങ്ങൾ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂ നടത്താൻ പറ്റും കാരണം ഇങ്ങനെയുള്ള നിങ്ങളുടെ ഫീൽഡ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാനും അവരുടെ രീതികൾ ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഒരു ഫിസിക്കലി ഡിസേബിൾഡ് ആളുകളുടെ അല്ലെങ്കിൽ ഒരു ക്രോണിക് ഇൽനെസ് ഉള്ള ആളുകളുടെ ഫാമിലി എങ്ങനെയായിരിക്കും എനിക്ക് ഐഡിയ ഉണ്ട് പക്ഷെ ജനറലി നമ്മൾ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ വീക്കിലി ആ ഫാമിലിയെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് ഇന്റർവ്യൂ നടത്തുമ്പോൾ തന്നെ കിട്ടുള്ളൂ താങ്ക് യു സോ മച്ച് എല്ലാവരും താങ്ക് യു വെരി മച്ച് എല്ലാവരും കാണാൻ സാധിച്ചത് thank you sister thank you sister thank you sister